Okay. രാവിലെ എന്നോട് ആരോ ചോദിച്ചായിരുന്നു പ്രാക്ടിക്കൽ മാനുവലിന്റെ ഒരു ഐഡിയ ഒന്നും കൂടി ഒന്നൊരു ക്ലൂ പോലെ തരാനായിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ മാനുവൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് മറിച്ചു നോക്കണം അതിന്റെ ഫസ്റ്റ് നിങ്ങളുടെ ഒരു ഇൻഡെക്സ് പിക്ചർ നോക്കുവാണെങ്കിൽ ഹലോ ആ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഇത്തിരി ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇരിക്കണേ ഒരു മിനിറ്റ് ഇപ്പൊ കേൾക്കാവോ കേൾക്കാവോ കേൾക്കാവോ കേൾക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ മാനുവൽ ഫോർ സൂപ്പർവൈസ്ഡ് പ്രാക്ടിക്കം അതിൻ്റെ ഒരു ഇൻഡെക്സ് പേജ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഏകദേശം പ്രാക്ടിക്കൽ എഴുതേണ്ട ഒരു ആറ് പ്രാക്ടിക്കൽ കാണാം ഈ ആറ് പ്രാക്ടിക്കൽ ബേസ്ഡ് ഓൺ തിയറിനെയാണ് തിയറി ബേസ്ഡ് ആണ് എഴുതേണ്ടത് അതിൽ ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ് കേസ് വെൻഡി അതായത് നമ്മളൊരു കേസിന്റെ ഒരു മോഡൽ അവർ തന്നിട്ടുണ്ട് അത് ഫാമിലി തെറപ്പി പി നിങ്ങളൊരു കേസ് ഫോർമാറ്റ് ആക്കേണ്ട ഒരു സംഗതിയാണ് അതാണ് ആദ്യത്തെ പ്രാക്ടിക്കൽ തന്നെ resolving the hypothetical case records ആണ് അതൊരു അഞ്ച് കേസ് ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കേസ് മോഡലാണ് അത് പ്രാക്ടിക്കലി പറയുമ്പോൾ നിങ്ങളോട് പറയും എങ്ങനെയാണ് എഴുതേണ്ടത് എന്താ എഴുതേണ്ടത് എന്നുള്ളത് അതൊരു കേസ് മോഡൽ എഴുതാനാണ് ഇനി രണ്ടാമത്തെ പ്രാക്ടിക്കൽ എടുക്കുമ്പോൾ പറയാം എ ബി സി മോഡൽ ബിഹേവിയറുകൾ കുട്ടികളുടെ ബിഹേവിയർ ഒബ്സർവേഷൻ ആണ് അത് ബിഹേവിയർ പ്രോബ്ലംസ് അതായത് ബ്ലോക്ക് നമ്പർ ടൂലാണ് ബിഹേവിയർ തെറപ്പിയുടെ ചാർട്ടുകളൊക്കെ വരുന്നത് എ ബി സി ചാർട്ട് ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് എന്താണ് ബിഹേവിയർ എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചാർട്ടായിൽ ഫോം ചെയ്തിട്ടുള്ള മോഡലുകൾ ഉണ്ട് അപ്പൊ അതനുസരിച്ച് ഒരു ഒരു കൊച്ചിന്റെ രീതികളെ അവരവിടെ കൃത്യം മാനുവലിൽ കുട്ടീന്റെ രീതിയുടെ A B C model chart ഉണ്ടാക്കലാണ് മൂന്നാമത്തത് മാരിറ്റൽ റിലേഷൻഷിപ്സ് നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ കേട്ട സാധനങ്ങളാണ് അതിൽ അതായത് യങ് കപ്പിൾസിൻ്റെയോ എൽഡർ കപ്പിളിൻ്റെയോ ഒരു ബിഹേവിയർ റിലേഷൻഷിപ്സിന്റെ ഒരു ഇന്റർവ്യൂ മോഡ് എഴുതുന്നതാണ് നാലാമത്തത് പിന്നെ ഒരു ജനറൽ ടോപ്പിക് ഇട്ടിരിക്കുന്നു അഞ്ചാമത്തെ പ്രാക്ടിക്കലിന്റെ ബാക്കിയായിട്ടുള്ളതായിരിക്കും ഇപ്പോഴത്തെ ബ്ലോക്കിൽ വരിക അതായത് ഡിസബിലിറ്റി ഇൽനെസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളോട് കൂടെ ജീവിക്കുന്ന ഫാമിലി ഉണ്ട് ഇപ്പൊ നമ്മൾ ഇത് ഓരോന്ന് എടുക്കുമ്പോഴും ആദ്യത്തത് ഒരു കേസ് ഫോർമുലേഷൻ ആണെങ്കിൽ രണ്ടാമത്തത് കുട്ടികളോടൊത്തുള്ള ഫാമിലി മൂന്നാമത്തത് മാരിറ്റൽ റിലേഷൻഷിപ്സ് കപ്പിൾ റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടുള്ളതാണ് പിന്നത്തത് ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ ക്രോണിക് ഇൽനെസ് ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ വരുന്ന ഫാമിലി സ്റ്റൈലുകളിൽ ചില വ്യത്യാസങ്ങൾ വരും ആ വ്യത്യാസങ്ങളിൽ ഫാമിലി സിസ്റ്റത്തിനെയോ ഫാമിലി ഫങ്ഷൻസിനെയോ ഒക്കെ ബാധിക്കും അത് ഇന്റർവ്യൂ നടത്തിയിട്ട് അതിനെക്കുറിച്ച് എഴുതാനാണ് പ്രാക്ടിക്കൽ ഫൈവിൽ വരിക അപ്പൊ നിങ്ങൾ ഇപ്പൊ കേൾക്കുമ്പോൾ തിയറി കേൾക്കുമ്പോൾ അതിന്റെ ടോപ്പിക് റിലേറ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ഫൈവിനെയാണ് അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ തിയറി അറ്റ്ലീസ്റ്റ് ആ പുസ്തകം ഒന്ന് നോക്കിയാൽ ഏതൊക്കെയാണ് ഡിസബിലിറ്റിയിൽ പെടുന്നത് ഏതൊക്കെയാണ് ക്രോണിക് ഇൽനെസ്സിൽ പെടുന്നത് ക്രോണിക് ഇൽനെസ് വന്നാൽ അത് ഫാമിലീനെ എങ്ങനെയാ ബാധിക്കാം അതായിരിക്കും നിങ്ങൾ ഒരു ഫാമിലീനെ നിങ്ങളൊന്നിങ്ങനെ ഫോൺ വിളിച്ചിട്ടോ ഇന്റർവ്യൂ നടത്തിയിട്ടൊക്കെ ഉള്ളത് എഴുതാനാണ് നിങ്ങളുടെ പ്രാക്ടിക്കലിൽ വരിക ഏകദേശം ഒരു ഐഡിയ ആയില്ല എന്നോട് രാവിലെ ആരോ ചോദിച്ചായിരുന്നു ഒരു ക്ലൂ തരാവോ പ്രാക്ടിക്കൽ ഇതൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഇതിൽ എഴുതേണ്ട രീതിയുണ്ട് ഇനി ഇതിനെ ബേസ് ചെയ്യുക ഏതാണ് ക്രോണിക്കൽനെസ് എന്താണ് ബിഹേവിയർ ഇങ്ങനെയുള്ളത് നോക്കണമെങ്കിൽ നിങ്ങൾ ഈ പറയണ തിയറി ടെക്സ്റ്റ് അതായത് block one two three four check ചെയ്യണം ആരെന്നോട് രാവിലെ ചോദിച്ചത് ഒരു ഐഡിയ കിട്ടിയായിരുന്നോ കിട്ടിയോ എന്താണ് ഒരു രാശിയം ഇതാണ് നിങ്ങൾ ഈ രീതിയിലാണ് നിങ്ങൾ ഇനി എങ്ങനെ എഴുതണ്ടേ എന്ത് എഴുതണ്ടേ എന്നുള്ളത് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പൊ തന്നെ നിങ്ങൾക്ക് അത് കാരണം എന്ന് വെച്ചാൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി താമസിക്കുന്ന ഒരു വീട്ടിലെ പാരൻസിന്റെ റിലേഷൻഷിപ്സിൽ വ്യത്യാസം ഉണ്ടാവും അവരുടെ കൺസേൺസ് വ്യത്യാസം ഉണ്ടാവും അവരുടെ ഷെയറിങ് വ്യത്യാസം ഉണ്ടാവും അതെന്തൊക്കെയാന്നുള്ളതൊക്കെയാണ് പ്രാക്ടിക്കലിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് എഴുതേണ്ടതും കണ്ടെത്തേണ്ടതും അതിൻ്റെ റിസൾട്ട് അതിൽ എന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്ത് തരം കൗൺസിലിംഗ് ആണെങ്കിൽ ഇന്റർവെൻഷൻസ് ആണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുക അങ്ങനെയുള്ള സംഗതി അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് ഇപ്പോഴത്തെ ഇതിൽ പറയും അപ്പൊ നിങ്ങളൊരു ഒരു ഫാമിലിയെ ശരിക്കും കണ്ടെത്തണം അങ്ങനെയുള്ള ഒരു ഫാമിലിയെ കണ്ടെത്തണം അവരായിട്ട് സംസാരിക്കണം ആ റിസൾട്ട് എഴുതണം അതൊക്കെയാണ് പ്രാക്ടിക്കലിൽ വരിക ഏകദേശം ഐഡിയ ആയോ ആരാ ചോദിച്ചെന്ന് ഞാൻ വിട്ടുപോയി ചോദിച്ച ആൾക്ക് ഒരു ഐഡിയ ആയോ രാവിലെ ഞാൻ ചോദിച്ചേ അപ്പോൾ എനിക്ക് ഓടി കറക്റ്റായത് ഞാൻ ആരെ ആരെ സംശയം ആൾക്കാരെ ചോദിച്ച് ക്ലാരിഫൈ ഇനി നമ്മൾ ഈ ഈ ഒരു ബ്ലോക്കില് നമ്മളൊരു തേർഡ് ബ്ലോക്കിലേക്ക് പോവാണ് സീറോ സീറോ സെവൻ ഇതിലെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം counselling and family therapy application and interventions ആണ് സീറോ സീറോ സെവൻ ഇതിലെ block number three working with physical illness and self abuse ഈ ഒരു വിഷയമാണ് ഇതിൽ മേജർ ഫോക്കസ് ഉള്ളത് ഇതിൽ ആദ്യത്തെ യൂണിറ്റ് ടെൻ ഫോക്കസ് ചെയ്യുന്നത് working with chronic illness chronic illness one of the most tiresome tiresome in life of the patient and his family നമ്മുടെ വീട്ടില് ഒരു സിക്ക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സിക്ക് പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ വീടിന്റെ അറ്റ്മോസ്ഫിയറിൽ തന്നെ വളരെ വ്യത്യാസം വരും ആ ഒരു സിസ്റ്റം ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക immediate family the immediate family finds it difficult to withdraw support from the patient but many start getting casual reluctant and unemotional about it and sometimes even openly hostile to the patient നമ്മൾ തുടക്കത്തിലൊക്കെ ഇവരോട് വളരെ ഒരു ഇതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ ആ ഒരു രീതി ഒരു ഓട്ടോമാറ്റിക് രീതി വരാം ദെൻ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറുന്നില്ലല്ലോ ഇത് ഇങ്ങനെ തന്നെയാണല്ലോ എന്നൊരു റിലക്റ്റൻ്റ് ആറ്റിറ്റ്യൂഡ് പിന്നെ ഇതൊരു ആദ്യത്തിലൊക്കെ ഭയങ്കര വിഷമായിരിക്കും പിന്നെ അതൊരു യൂഷ്വൽ പാറ്റേൺ ആയിട്ട് മാറും അപ്പൊ ഇമോഷണാലിറ്റിയിലൊക്കെ ചില വേരിയേഷൻസ് വരും പിന്നെ സംസ് നമുക്ക് പേഷ്യൻസിന്റെ ഒക്കെ രീതികൾ കാണുമ്പോൾ അവരോട് ചിലപ്പോൾ ദേഷ്യം ഇഷ്ടക്കേട് അതിൽ ബോത്ത് സൈഡ്സ് വരാം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഒരു ഇൽനസ് ഇതില് വരാവുന്ന സാധ്യതകളാണ് ഫാമിലി സിസ്റ്റംസ് ഇൽനസ് മോഡൽ നമ്മുടെ സിസ്റ്റത്തെയാണ് ഇൽനസ് സ്വാധീനിക്കുക ഒരു ഫങ്ഷന് അത് ബാധിക്കും ഈ proposed by Ronald nineteen ninety four three dimensions ആണ് ഇദ്ദേഹം പോയിന്റ് ചെയ്യുന്നത് Psychosocial types of illness and disability, major developmental phase in their natural history, key family system variables. Psychosocial types of illness and disability. ഈ വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് സൈക്കോ സോഷ്യൽ ടൈപ്സ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് സൈക്കോ സോഷ്യൽ ടൈപ്സിൽ പെടാൻ സാധ്യതയുള്ള ഇല്ലസുകൾ ഏതാണ് ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഇൽനെസ്സുകൾ ഉണ്ടോ സൈക്കോ സോഷ്യൽ ടൈപ്സ് നിങ്ങൾ ഈ ഒരു ഭാഗം കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടി മാനുവൽ ബുക്ക് അടുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റും കൂടി ഒന്ന് എടുക്കുക നല്ല നേരാണ് പാർക്കിൻസൺ ഡിസീസ് പാർക്കിൻസൺസ് എന്താണ് അത് സൈക്കോ സോഷ്യൽ എന്ന് പറയാൻ കാരണം എന്താണ് സൈക്കോ സോഷ്യൽ സ്കീസോഫ്രേനിയ വരും നമ്മൾ പറയണത് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ടാവും സോഷ്യൽ ആസ്പെക്ട്സ് ഉണ്ടാവും അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സ് വരും ക്യാൻസർ വരും ക്യാൻസർ വരും എന്നോടാണ് ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ഇല്ല അൾസിമേഷ്യസ് ഡിമെൻഷ്യ അൾസൈമേഴ്സ് ഓക്കെ എല്ലാ സൈക്കാട്രിക് അതിൽ വരും bipolar disease anxiety depression okay ഇതില് നിങ്ങൾ പേജ് നമ്പർ എയ്റ്റ് അതിലാണ് അത് വരുന്നത് പേജ് നമ്പർ എയ്റ്റ് ഇത് റൊണാൾഡിന്റെ ഒരു ഡയമെൻഷൻസ് മാത്രമേ ആകുന്നുള്ളൂ ഈ സൈക്കോ സോഷ്യൽ ടൈപ്സ് എന്ത് തരമാണ് എന്നുള്ളതല്ല ഒരു സൈക്ക് ഒരു ഇൽനെസ് മോഡലിന് മൂന്ന് ഡയമെൻഷൻസ് ഉണ്ട് അതിൽ ഏതൊരു ഡിസബിലിറ്റി ആണെങ്കിലും ഏത് ഡിസോർഡർ ആണെങ്കിലും അതിനൊരു സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ് എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അർത്ഥം ഏതൊരു ഡിസോ ഏതൊരു ഇൽനെസ് ആണെങ്കിലും അതിനൊരു ഓൺസെറ്റ് ഉണ്ട് തുടങ്ങുന്നതുണ്ട് ചില കോസസ് ഉണ്ട് ദെൻ അതിനൊരു ഔട്ട്കം ഉണ്ട് അങ്ങനെയാണ് ആ ഒരു സംഗതി പോകുക കേപ്പബിലിറ്റേഷൻ ആ ഒരു പ്രോസസ്സ് അവിടെ ഭംഗിയായിട്ട് വരുന്നുണ്ട് ഇതിൽ പെടുന്ന അസുഖങ്ങൾ ഏത് എന്നുള്ളതല്ല ഡൈമെൻഷൻസ് ആണ് നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും അപ്പൊ അതുകൊണ്ട് സോഷ്യോ സൈക്കോ സോഷ്യൽ ടൈപ്സ് എന്ന് പറയുമ്പോൾ ഏത് അസുഖത്തിനും സൈക്കോ സോഷ്യൽ ടൈപ്സിൽ പെടാവുന്ന സാധ്യങ്ങൾ പറഞ്ഞ എല്ലാ അസുഖങ്ങളും എല്ലാ അസുഖങ്ങളും ഈ പറയുന്ന ഇതിൽ പെടുന്നതാണ് പക്ഷെ അത് ഓൾറെഡി ഒരു സിവിയറിറ്റി മോഡിലല്ല സംഭവിക്കുക അതിനൊരു ഓൺസെറ്റ് ഉണ്ട് കാഷ്വൽ ഇഫക്ട്സ് ഉണ്ട് അതിനുശേഷം ഔട്ട്കം ഉണ്ട് അതിനുശേഷമാണ് ഇംപ്ലിമെന്റേഷൻ പാർട്ടിലേക്ക് ഇത് പോകുക അതാണ് ആദ്യത്തെ ഭാഗം വരുന്നത് ദെൻ അതിന്റെ രണ്ടാമത്തെ ആണ് ഇവിടെ കാണുക major developmental phase in their natural history key family system variable ഇതിന്റെ ഒരു മൂന്നാമത്തെ ഡയമെൻഷനിലാണ് ഫാമിലിനെ അത് ബാധിക്കുന്നുള്ളൂ രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അതൊരു ഡെവലപ്മെന്റൽ ഫേസ് ആണ് അത് നാച്ചുറൽ ഓഫ് ഹിസ്റ്ററിയുടെ ഭാഗമാണെങ്കിലും ആ മേജർ ഡെവലപ്മെന്റ് ഫേസ് മൊത്തം സിസ്റ്റത്തെ ബാധിക്കുന്നു എന്നുള്ളതുമാണ് അപ്പൊ അതിനൊരു പ്രൊസീജിയർ പാറ്റേൺ ആണ് ആദ്യം ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് ആണ് ഒരു സോഷ്യൽ നോമിന്റെ ഭാഗമാകുന്നു അതിനൊരു ഡെവലപ്മെന്റൽ ഗ്രാജുവൽ പ്രോസസ്സ് വരുന്നു ഇൽനസ് പാറ്റേൺ അങ്ങനെയാണ് പോകുന്നത് ദെൻ അതിനുശേഷം അതൊരു കീ ഫാമിലി സിസ്റ്റത്തിനെ അപ്പാടെ തന്നെ മാറ്റി കളയുന്നു ഇതാ ഇതിൽ ഏത് തരം ഇൽനസ് പെടുന്നു എന്നുള്ളതല്ല ഇൽനസ് മോഡല് അതായത് രോഗിയെങ്കിൽ ഫാമിലി സിസ്റ്റത്തെ ബാധിക്കുന്നു ആ ബാധിക്കുന്നത് മൂന്ന് ഡൈമെൻഷനിലും ബാധിക്കുന്നു എന്നുള്ളതാണ് റൊണാൾഡ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതില് the implications of different chronic illness for the patient and the family can be quite different നമ്മളൊരു പേഷ്യന്റിന്റെ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ് വ്യത്യാസമുണ്ട് ഇൽനെസ്സിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ഇംപ്ലിക്കേഷൻസ് വ്യത്യാസമുണ്ട് ഫാമിലിക്കുള്ള ഇംപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മേജർ റോളാണ് അതിലുള്ളത് ഇപ്പൊ ഒരു പേഷ്യന്റിനെയാണ് ഒരു കൗൺസിലർ ഡീൽ ചെയ്യുന്നതെങ്കിൽ ഇംപ്ലിക്കേഷൻ വ്യത്യാസമുണ്ട് ആ പേഷ്യന്റ് ആയിരിക്കുന്ന ഒരു ക്രോണിക് ഇൽനെസ് ഉള്ള ഒരു പേഷ്യന്റ് ആയിരിക്കുന്ന ഫാമിലിയാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ഇംപ്ലിക്കേഷൻസിൽ വ്യത്യാസമുണ്ട് നിങ്ങൾക്കുള്ള പ്രാക്ടിക്കൽ മാനുവലിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പേഷ്യൻറ്റും ഉണ്ട് പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും രണ്ടുപേരോ ഒരാളെയോ കുറിച്ചിട്ടാണ് നിങ്ങളോട് ഇന്റർവ്യൂ ചോദിച്ചിരിക്കുന്നത് the important variables of illness in the in this respect are of its onset courses outcome the degree of incapacitation and the level of uncertainty about the root നമ്മളൊരു ഒരു ഇപ്പൊ എനിക്കൊരു ക്യാൻസർ ആണ് ഉദാഹരണം ഒരു ക്യാൻസർ ആണെങ്കിൽ അത് നമ്മൾ തുടങ്ങി തുടങ്ങിയ സമയത്തുള്ള രീതി വ്യത്യാസമുണ്ട് ഡ്യൂറേഷൻ കുറച്ച് കഴിയുമ്പോൾ വ്യത്യാസമുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് വരുന്നതിൽ വ്യത്യാസമുണ്ട് ഇനി അത് മാറില്ല അതൊരു ലൈഫ് ലോങ് ആണ് അല്ലെങ്കിൽ ഇതിന് ഇത്രയും കപ്പാസിറ്റി ഉള്ളു ഇതൊരു സെക്കൻഡ് ലെവലിലാണ് എത്തി നിൽക്കുന്നത് ഇതിനൊരു അൺസേർട്ടണിറ്റി ആണ് ഇത് എത്ര നാള് എന്ന് പറയുന്ന അതിന്റെ റൂട്ട് അവർ കാണിക്കണെങ്കിൽ അതിൽ വ്യത്യാസമാണ് അപ്പൊ ഇതിനനുസരിച്ച് ഇംപ്ലിക്കേഷൻ അതാണ് ഇൽനെസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ക്രോണിക് ആയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ സാധാരണ ഇൽനെസ്സും ക്രോണിക് ഇൽനെസ്സിലും രണ്ടും ഇംപ്ലിക്കേഷൻസ് വ്യത്യാസമുണ്ട് ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ഇന്റർവെൻഷൻസോ ഇംപ്ലിക്കേഷൻസോ ആണ് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഇതിന് ഓരോന്നിനും വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇവർ തിരിച്ച് തിരിച്ച് പറയുന്നത് ഇനി the time phase of illness Each phase of illness has its own psychosocial developmental tasks that requires unique family strength, attitude or changes from the family. ഒരു നമ്മൾ പറയുന്നത് ഓരോ ഇൽനെസ്സിനും ഏത് ഫേസിലാണ് ആ ഇൽനെസ് എങ്കിൽ അതിനൊരു social psycho social development task ഉണ്ട് അത് ഓരോ ഫാമിലിയുടെയും സ്ട്രെങ്ത് അനുസരിച്ചും ഓരോ ഫാമിലിയുടെ ചില ഫാമിലിക്ക് ഒരു ഇൽനെസ് കിട്ടിയെന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാവരും അപ്സെറ്റ് ആവുന്ന ഒരു അവസ്ഥ കാണാം എന്നാൽ ചില ഫാമിലീസ് അതെല്ലാം നന്നായിട്ട് എടുക്കുന്ന അവസ്ഥയുണ്ട് അതിനനുസരിച്ച് അത് യുണീക്കാണ് ഫാമിലിയുടെ സ്ട്രെങ്ത് അനുസരിച്ചും ഡിഗ്രി ഓഫ് ആറ്റിറ്റ്യൂഡ് അനുസരിച്ചും അതിൽ വേരിയേഷൻസ് വരാം അപ്പൊ ഇത് നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ എല്ലാ ഫാമിലിയും വളരെ ആഴത്തിൽ ദുഃഖത്തിലാണ് എടുത്തത് എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല ചില ആസ്പെക്റ്റുകൾ അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ അവരുടെ പെർസെപ്ഷൻ പെർസെപ്ഷൻസിൽ വരാൻ സാധ്യതകളുണ്ട് A chronic illness has major uh, three major uh, time phase, crisis, chronic and terminal. നമുക്കറിയാം തുടക്കം ദെൻ അതിനൊരു പ്രൊസീജിയർ ഗ്രാജുവൽ പ്രൊസീജിയറിന്റെ ഒരു ക്രോണിക് ടെർമിനലിൽ എത്തിയാൽ നമ്മളറിയാം മരണത്തിന് ഒരുങ്ങിയിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ടെർമിനൽ അപ്പൊ ഇത് ഓരോ സ്റ്റേജിന് ഏത് ഏത് ടൈമിലാണ് ഒരു വ്യക്തി സ്പെഷ്യലി ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ടെർമിനൽ ഫേസിലാണെന്ന് പറഞ്ഞാൽ അവരെ മരണത്തിന് ഒരുക്കുക എന്നുള്ളത് മാത്രമേ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക ഒരു പീസ്ഫുൾ സെറേണിറ്റി കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് നമ്മൾ വീട്ടുകാരെ ഒരുക്കേണ്ടത് വ്യക്തിയെ ഒരുക്കേണ്ടത് വ്യക്തിക്ക് കുറച്ചും കൂടിയും ഒരു ധൈര്യം കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതേസമയം ഒരു ക്രൈസിസ് സ്റ്റാർട്ടിങ് പീരീഡ് ആണെങ്കിൽ ആ ഒരു അസുഖത്തെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളത് അവരെ ഒരുക്കുക അങ്ങനെയുള്ള വ്യത്യാസങ്ങള് ടൈമിനനുസരിച്ച് ഇതൊരു ഡിസ ഇല്ലസിന്റെ ഭാഗമായിട്ടുള്ളതായതുകൊണ്ട് അതാണ് ഇനി വീട്ടുകാരിയായാലും ഇതുപോലെ തന്നെയാണ് പെട്ടെന്ന് അറിയുന്ന ഒരവസ്ഥയിലുള്ളതും അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ വരുന്ന വ്യത്യാസവും വളരെ വ്യത്യാസമാണ് ആദ്യ തുടക്കത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫാമിലി മുഴുവൻ അപ്സെറ്റ് ആവുന്ന അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരതിനോട് കോപ്പ് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ നമ്മൾ ടൈംലി ഇൻവോൾവ്മെന്റ് ആണ് ഡിസബിലിറ്റി പേഷ്യൻസിന് അല്ലെങ്കിൽ ഇൽനെസ് ആയിട്ടുള്ളതിൽ നമുക്ക് വേണ്ട ഒന്ന് Interfere, uh, interface of individual family and illness development. The individual family and illness can all be viewed from, from the developmental lens and they all have different developmental tasks that need to be accomplished at different stages. ഇതാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത് ഇത് ഇൽനെസിന്റെ ലെവൽ അനുസരിച്ചും അപ്പിയറൻസ് അനുസരിച്ചിട്ടൊക്കെയുള്ള ഒരു ഗ്രാജുവൽ ഗ്രോത്ത് അതിനുണ്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ടുള്ള ഇൻവോൾവ്മെന്റും അതിനാവശ്യമായ സഹായവുമാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് health benefits it's important to understand the illness related attitudes and beliefs that family members hold in in order to help them cope with illness അതൊരു സ്ട്രോങ് ബിലീഫ് ഒക്കെ ഉള്ളവർക്ക് അത് എളുപ്പമാണ് അല്ലാത്തവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അതല്ലെങ്കിൽ പരിചയത്തിലോ ആർക്കെങ്കിലും പെട്ടെന്ന് അസുഖം വന്നു അതിന് അങ്ങനെയുള്ള ഒരു ഫാമിലിയെ നിങ്ങൾ പെട്ടെന്ന് പരിചയപ്പെടുകയോ കാണുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ഈ അടുത്ത നാളുകളിൽ അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്യാം കാരണം അതൊരു ഗ്രേറ്റ് ചേഞ്ച് ആണ് ഫാമിലി സിസ്റ്റത്തിന് ആർക്കെങ്കിലും അനുഭവങ്ങളുണ്ടോ ഞാൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാലേറ്റീവ് ഓരോ വീടുകളിൽ പോകുമ്പോൾ ഓരോ മാസം പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് എലിസബത്ത് ഡോക്ടറും ഈ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ ചെന്ന ഒരു വീട്ടില് ഒരേ സമയത്ത് ഒരു ദിവസം ഭർത്താവിന് ക്യാൻസർ ആണെന്ന് അവർ തിരിച്ചറിയാം അതായത് അവർക്ക് ബ്രെയിൻ ക്യാൻസർ അത് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ മകനും ക്യാൻസർ ആണെന്ന് തിരിച്ചറിയാം അപ്പം ഈ രണ്ട് വ്യക്തികളുടെ ഈ ക്യാൻസർ എന്ന രോഗം ഇവരുടെ ഫാമിലി മുഴുവൻ പ്രശ്നത്തിലേക്ക് ആദ്യം തന്നെ അവർ എല്ലാവരും ഡൗൺ ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥയിലേക്കായി ഇവരുടെ കഷ്ടപ്പെടുന്നത് ഈ സ്ത്രീയാണ് കാരണം ഈ സ്ത്രീക്ക് സാറിന് കുടുംബം നോക്കി വരുന്ന ഭർത്താവും മകനൊക്കെ ആയിരുന്നു ഇത് മാനേജ് ചെയ്യാൻ അറിയത്തില്ല അവർ ഭയങ്കര കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവരെ മിണ്ടാട്ടം ഇല്ലാണ്ടായി സമൂഹത്തിൽ ഇവർ മാറി നിൽക്കാൻ തുടങ്ങി ഇവരെന്നെ മാറി നിൽക്കാൻ തുടങ്ങി അങ്ങനെ ഫാമിലി മുഴുവൻ അവർ ബാധിക്കുന്നുണ്ട് അത് ഫിസിക്കലിയും എക്കണോമിക്കലി ആയിട്ട് ഭയങ്കരമായിട്ടും ബാധിക്കുന്നുണ്ട് ഓക്കെ ഇതാണ് നേരത്തെ പറഞ്ഞ സൈക്കോ സോഷ്യൽ പേഴ്സ്പെക്റ്റീവ് ഫാമിലി ഇതാണ് പറഞ്ഞത് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്യും down mood psycho social perspective familial perspective and the grow gradual growth of the illness ഈ ഒരു മൂന്ന് പേഴ്സ്പെക്റ്റീവിലൂടെയും വ്യക്തി കടന്നു പോകും അപ്പൊ അത് പേഷ്യന്റിനെ ബാധിക്കുന്നത് ഒരു തരത്തിലാണ് പേഷ്യന്റ് ആയിരിക്കുന്ന ഫാമിലിയെ ബാധിക്കുന്നത് വേറൊരു തരത്തിലാണ് ഇത് depends on the financial background ഇതൊരു ഏണറാണ് uh, എങ്കിൽ അത് വളരെ ഭയങ്കര പെയിൻഫുൾ ആണ് ഓരോന്നും ലെവൽ അനുസരിച്ചിട്ട് പെയിനിൽ വ്യത്യാസമുണ്ട് ഇനി മൊത്തം ഇയാൾ ഒരു ഹാപ്പി പ്രൊവൈഡർ ആണ് വീട്ടിലെ നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടിയും ഇതിന്റെ വൂൺസ് വളരെ ഡെപ്ത് ആണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇത് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു ഫാമിലിയിൽ ഇങ്ങനെയാണ് എങ്കിൽ ഇതേ ക്യാൻസർ ഉള്ള മറ്റൊരു ഫാമിലിയിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ വളരെ വ്യത്യാസമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ മാനുവലില് നിങ്ങൾക്ക് ഇന്റർവ്യൂ നടത്തുമ്പോൾ നമുക്ക് ഡിഫറെന്റ് രീതിയിലായിരിക്കും നമുക്ക് റെസ്പോൺസ് കിട്ടുക ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് അതായത് ഒരു പത്ത് ഇരുപത്തെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ഇരുപത്തെട്ട് വയസ്സ് അപ്പോൾ അതില് ആ കൊച്ചിന് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് സർജറി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ദ സെയിം പ്ലേസിൽ തന്നെയാണ് തൈറോയിഡ് ആണ് ക്യാൻസർ ആയിരിക്കുന്നത് അപ്പോൾ തൈറോയിഡ് സെല്ല് ഇങ്ങനെ വലുതാവുന്നതിനനുസരിച്ച് അത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് മൂന്ന ആദ്യത്തെ പ്രാവശ്യം ഈ കൊച്ചു ഭയങ്കര സ്ട്രോങ് ഹെൽത്തി ബിലീഫായിരുന്നു എനിക്ക് യാതൊരു കുഴപ്പമില്ല ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകും വീട്ടുകാരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അപ്പൊ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് കാണായിരുന്നു അവരെല്ലാം ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആണ് അപ്പൊ അതിൻ്റെതായ ഒരു പ്രയർഫുള്ള് ദൈവം താങ്ങി ഇവിടെയല്ലേ വന്നുള്ളൂ അങ്ങനെയുള്ളൊരു ഒരു വ്യൂ പോയിന്റ് ആണ് കണ്ടത് പക്ഷെ രണ്ടാമത്തെ സർജറി വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ഇത് കഴിഞ്ഞ് വീണ്ടും വിത്തിൻ ഒരു ട്വന്റി ഡേയ്സ് അല്ലെങ്കിൽ ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അത് വലുതായി വീണ്ടും ഗ്ലാൻസുകൾ പൊന്തി അപ്പൊ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ സർജറി ചെയ്തു അപ്പോഴേക്കും നമ്മൾ കാണുന്നത് ഇവരുടെ ഒരുവിധം ബലം ചോർന്നു തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോ അത് വീണ്ടും തേർഡ് സർജറിക്ക് വരികയാണ് അപ്പൊ കംപ്ലീറ്റ്ലി ഇവരുടെ ഒരു നമ്മൾ പറയണത് ഇനി ഇത് എവിടേക്കൊക്കെ സ്പ്രെഡ് അപ്പൊ ഇപ്പൊ സഡൻ സർജറിയാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ സർജറി കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അപ്പോഴേക്കും വീണ്ടും അതേ സ്ഥലത്ത് പക്ഷെ കുറച്ചും കൂടി ഈ ചെവിയുടെ പുറകിലേക്കൊക്കെ ആയിട്ടാണ് അത് കീറുന്നത് അപ്പൊ ഒരു വലിയ അപ്പൊ അവർ കുറച്ചും കൂടിയും ഒരു പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ സെർച്ച് ചെയ്യുന്നു അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ ബാംഗ്ലൂരാ അപ്പൊ അങ്ങനെ അങ്ങടാണ് പക്ഷെ ആ ഡോക്ടർ ഇപ്പൊ ലൈവായിട്ട് ഇവിടെ ഇല്ല നാട്ടില് ആള് ഫോറിനിൽ അങ്ങടാണ് അത് പറഞ്ഞപ്പോഴേക്കും അവരുടെ സ്ട്രെസ് വീണ്ടും കൂടുന്നു ചെയ്തിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും എന്ന് പറയുന്നു ഇങ്ങനെ തുടങ്ങുന്ന കോംപ്ലിക്കേഷൻസ് വരും തോറും മൊത്തം ഫാമിലി ഇതില് ഭയങ്കര ഹൈലി സ്ട്രെസ്ഫുൾ ആണ് ഇനി പറയുന്ന പേഷ്യന്റ് ആള് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സർവൈവ് ചെയ്താൽ മതി എത്രയും പെട്ടെന്ന് ഈ സർജറി ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു പ്ലീഡിങ് മൈൻഡ് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ആദ്യം കണ്ട ആ ഒരു സ്ട്രെങ്ത് അല്ല തേർഡ് സർജറിയിൽ വന്ന് നിൽക്കുമ്പോൾ പേഷ്യൻറ്റിനായാലും ഫാമിലിക്കായാലും ആയാലും നമ്മൾ കാണാൻ പറ്റും എല്ലാ ഇൽനസ് കേസസിലും അതിൻ്റെതായ വേരിയേഷൻസ് ആൻഡ് ഡിഫറൻസസ് നമുക്ക് കാണാം എല്ലാ ക്രോണിക് ഇൽനസ് സ്റ്റേജ് ഹിസ്റ്ററി എടുക്കുകയാണെങ്കിലും ചിലർ മെന്റലി പവർഫുൾ ആവും ചിലർ മെന്റലി വീക്ക് ആകും ചിലർ preparing for the terminal stage ചിലർ ഭയങ്കര arrogant to the terminal stage ഇങ്ങനെയുള്ള വാരിയേഷൻസ് എപ്പോഴും നമുക്ക് കാണാൻ പറ്റും uh, അത് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നതും uh, ഈ ഒബ്സർവേഷൻ അനുസരിച്ച് ഒരു അസസ്മെന്റ് എടുത്തതിന് ശേഷം മാത്രമാണ് ഇവർക്ക് എന്താണ് ഇവരുടെ റിയൽ നീഡ് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹെൽപ്പാണ് പേഷ്യൻസിനേക്കാൾ കൂടുതൽ ഫാമിലിക്ക് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ മാഡം ഇപ്പൊ ക്യാൻസറിനെ പറ്റിയാണല്ലോ മെയിൻ ആയിട്ട് പറഞ്ഞത് അപ്പൊ ഞാൻ കാലിക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ക്യാൻസർ സാധാരണ ചില ക്യാൻസർ പ്രത്യേകിച്ച് ചില ഓർഗൻസ് ഉള്ള ക്യാൻസർ ക്യൂർഡ് ആവും പിന്നെ ക്യൂർഡ് ആയിട്ട് പിന്നെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് വരില്ല പക്ഷെ ക്യാൻസർ ചിലത് ഇങ്ങനെ സ്പ്രെഡൊക്കെ ഉള്ളത് സ്റ്റേറ്റിലാണ് ക്രോണിക് ഇല്ലസിനേക്കാൾ ഉപരി അത് പിന്നെ അങ്ങ് മരിച്ചു പോകുമ്പോഴത്തേക്കും അത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കും അപ്പൊ പിന്നെ അതിന് ക്രോണിക് ഇന്നസ് കാറ്റഗറി വരും കൂടുതലും ഞാൻ പാലേറ്റ് കെയറിൽ ക്രോണിക് ഇന്നസ് ആയിട്ട് വന്ന ഈ ന്യൂറോളജിക്കൽ പാരാലിസിസ് വന്ന് കിടക്കും പാരാപ്പിക്ക കടന്നുപോയി പിന്നെ ഇതൊക്കെ വരാം അൽഷിമസ് ഡിസീസ് അങ്ങനത്തെ അതൊക്കെ അങ്ങനെ ഡെബിലിറ്റേറ്റിംഗ് ആണ് പക്ഷെ അതൊക്കെ കുറെ ബെഡ്രിഡനായിട്ട് കുറെ കാലം കിടക്കുകയും ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മൾ ക്രോണിക് ഇൽനെസ് നമുക്ക് ക്ലിയർ കട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ക്യാൻസറസ് ക്യാൻസറസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിന്ന് ഒരു രക്ഷ വരുന്നില്ല അതുപോലെ തന്നെ കുറച്ചും കൂടി പ്രൊലോങ്ങിങ് ആണ് നമ്മൾ പറഞ്ഞ അൾഷൈമേഴ്സ് കുറച്ചും കൂടി പാത്തറ്റിക് ആണ് കണ്ടീഷൻ കോഗ്നിഷൻ ആണ് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ മെമ്മറി ആണ് ലോസ് സെയിം ഇഫക്റ്റ് തന്നെയാണ് ഇതിപ്പോ സ്പ്രെഡ് ചെയ്യുന്ന വൈഡ് സ്പ്രെഡ് ഡിസീസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കുറച്ചും കൂടി എളുപ്പമാണ് ഇതിൽ ഏത് ടൈപ്പ് ഓഫ് അസുഖം വന്നാലും ക്രോണിക് ഇൽനെസ് അല്ലെങ്കിൽ ഇൽനെസ് പാരാലിസിസ് സ്ട്രോക്ക് അങ്ങനെ എന്ത് വന്നു എന്ന് പറഞ്ഞാലും ഇതില് ഇത് adaptation to the illness about the family and the patient different ലെവലാണ് ആ ഒരു അഡാപ്റ്റേഷൻ ഒന്ന് മനസ്സിലാക്കുക ഫാമിലി സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് ഈ ഒരു ഇൽനെസ് തന്നെ ഫാമിലി സിസ്റ്റത്തിനെ ചേഞ്ച് ആക്കും അതാണ് ഇതിൽ പറയുന്ന മേജർ കാരണം മറ്റ് പല കാരണങ്ങളുണ്ടാവും ഇപ്പൊ ഞങ്ങൾ രാവിലെ കണ്ടത് റിലേഷൻഷിപ്സ് ആണ് ചേഞ്ച് ആക്കുന്നത് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റബിലിറ്റി ആണ് ചേഞ്ച് ആക്കുന്നത് അല്ലെങ്കിൽ ഒരു കോപ്പിങ്ങിൽ വരുന്ന അല്ലെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ സംഗതികളാണെങ്കിൽ അതിനെ കുറച്ചും കൂടി വ്യത്യസ്തപ്പെട്ട രീതിയാണ് ഈ ഒരു സെഷനിൽ കാണുക നമുക്ക് വേറെ ഒന്നും ഇതിൽ ചെയ്യാനില്ല കാരണം ഇതൊരു ഇതൊരു ഇൽനെസ് ആണ് വന്നു വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇത് പല രീതിയിലെ ഫാമിലിയെ തളർത്തുകയോ വിഷമിപ്പിക്കുകയോ ഈവൻ റിലേഷൻഷിപ്പിനെ പോലും ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ആസ്പെക്റ്റ് ആണ് എന്ന് പരിചയപ്പെടുത്തുകയാണ് ഇവരിവിടെ ചെയ്യുന്നത് അതിൽ ഇൽനെസ് എന്ത് തന്നെയായാലും അത് ക്രോണിക് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി സിവിയറിറ്റി കൂടിയതാണ് നമ്മൾ സാധാരണ ഇല്ലസും ബാധിക്കുന്നുണ്ട് പക്ഷെ സാധാരണ ഇല്ലസ് ബാധിച്ചാൽ നമുക്കൊരു ഹോപ്പ് ഉണ്ട് പക്ഷെ ക്രോണിക് ഇല്ലസ് ബാധിച്ചാൽ നമുക്കറിയാം ഹോപ്പ് കുറവാണ് അതിൽ വലിയ ഹോപ്പ് അല്ല പിന്നെ അതിനോട് അഡാപ്റ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതിയെ നമുക്കുള്ളൂ അതുകൊണ്ടാണ് സിസ്റ്റത്തെ ബാധിക്കുന്നതും സിസ്റ്റം ചേഞ്ച് ആക്കുന്നത് അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ക്രോണിക് ചിലപ്പോൾ ഈ അവിടെ കെയർ ഗിവർ ഉണ്ടായിരിക്കും ഒരാൾക്ക് അസുഖം വന്നാൽ കെയർ ഗിവർ ഉണ്ടായിരിക്കും അപ്പം ആ കെയർ ഗിവറിന് പിന്നെ എപ്പോഴും ഈ ബെഡ് സൈഡിൽ കിടക്കുന്ന ഈ ബെഡിൽ കിടക്കുന്ന രോഗിയുടെ അടുത്ത് തന്നെ എപ്പോഴും നിൽക്കണം അപ്പം ആ രോഗിക്ക് ജോലിക്ക് പോകാൻ പറ്റൂല കൂടെയുള്ള കെയർ ഗിവറിനും ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പം സാധാരണ ഫാമിലീസ് പലതും പിന്നെ ട്രീറ്റ്മെന്റ് കുറെ പൈസ ചിലവാകും അപ്പൊ എല്ലാ രീതിയിലും അവർ താഴോട്ട് പോകും ഫൈനാൻഷ്യൽ ബേർഡൻ ഇതില് വവ് നിങ്ങളുടെ പുസ്തകത്തില് നോക്കിയാല് ഒരു സംശയം കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ വന്നിരുന്ന ഒന്നായിരുന്നു ക്രോണിക് ഇല്ലസിൽ പെടുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലിന് പോകുമ്പോഴാണ് അത് കൺഫ്യൂഷൻ വരിക എല്ലാ അസുഖങ്ങളും ക്രോണിക്കിൽ പെടില്ല അപ്പൊ ക്രോണിക്കിൽ പെടുന്ന അസുഖങ്ങൾ എനിക്ക് തോന്നുന്നു ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ പുസ്തകം പറയുന്നില്ലെങ്കിലും അതിന്റെ ഗ്രോസറി സൈഡിലും പിന്നെ ഉള്ളിൽ എവിടെയൊക്കെയോ ആയിട്ട് നിങ്ങളുടെ ഏതൊക്കെയാണ് നെറ്റിൽ അടിച്ചു നോക്കിയാലും നമുക്ക് കിട്ടും പക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന അതായത് നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ ഇറ്റ്സ് ലൈഫ് ലോങ് ആയിരിക്കും പ്രലോങ് ചെയ്യുന്ന മാഡം പറഞ്ഞ പോലെ പ്രലോങ് ചെയ്യുന്ന അസുഖങ്ങൾ നിങ്ങൾ ചിലതൊക്കെ ഇതിൽ അവർ എഴുതിയിട്ടുണ്ട് Alzheimer's arthritis asthma diabetics cancer അങ്ങനെ തുടങ്ങുന്നത് ചിലത് നമുക്ക് മനസ്സിലാവില്ല ചില അസുഖങ്ങൾ ഇപ്പൊ നമുക്ക് മെഡിക്കൽ ടേമുകൾ ചിലതൊന്നും മനസ്സിലായി പക്ഷെ നമുക്ക് സാധാരണ നോർമൽ ലൈഫിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അസുഖങ്ങളുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞത് എപ്പിലെപ്സി ഡൗൺ സിൻഡ്രം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ആളുകളെ നിങ്ങൾക്ക് ഇന്റർവ്യൂ നടത്തണമെങ്കിൽ നമുക്ക് എളുപ്പത്തിന് കിട്ടാവുന്ന dialysis patients coronary artery artery diseases ഇങ്ങനെ heart diseases coronary heart diseases ഇതൊക്കെ ക്രോണിക് ഇൽനെസ്സിൽ പെടുന്ന അതിനെ എലിസബത്ത് മാം ഇതിലത്തെ ഏകദേശം നമുക്ക് മനസ്സിലാകുന്ന നമുക്ക് നോർമൽ പിന്നെ നമ്മൾ പറയുന്നത് മെഡിക്കൽ ടേമുകളാണ് ചില അസുഖങ്ങൾ ചിലത് നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ ചുറ്റും കാണുന്ന അസുഖങ്ങളിലെ ഇതിൽ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ചില അസുഖങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ തന്നെയല്ലേ മാം അത് തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞതില് ഇപ്പം ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് അല്ലെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് വിഭജിപ്പിക്കാൻ പറ്റുന്നതാണ് എല്ലാം ഒരുപോലെ എല്ലാ ക്രോണിക് അസുഖങ്ങളെ നമ്മൾ ഒരുപോലെ ബാധിക്കണം എന്നില്ല അതൊക്കെ നമുക്ക് നല്ല ടെൻഷൻ എനിക്ക് തോന്നുന്നു ഇതിൽ പെടുത്തിയിട്ടില്ല തോന്നുന്നുണ്ട് അവര് കാരണം അത് വാലിഡേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഡയബറ്റിക് പെടുത്തിയിട്ടുണ്ട് ഹൈപ്പർ ടെൻഷൻ പെടുത്തിയിട്ടില്ല ഡയബറ്റിക് ഡയാലിസിസ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടായിരിക്കും അല്ല ഹൈപ്പർ ടെൻഷൻ ഡയബറ്റിക് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ആക്ടിവിറ്റി പോകാൻ പറ്റും കോംപ്ലിക്കേഷൻ വന്നിട്ട് അപ്പം എല്ലാ ക്രോണിക്കലേഴ്സും ഒരുപോലെ രോഗിയും ബാധിക്കുന്നില്ല അത് ഡെഡിക്കേറ്റിംഗ് ആവുമ്പോ എപ്പിലപ്സി എപ്പിലപ്സി ഉണ്ടെങ്കിലും ഹൈപ്പർ ടെൻഷൻ വന്നിട്ടുണ്ട് കേട്ടോ മാം ഹൈപ്പർ ടെൻഷൻ വന്നിട്ടുണ്ട് ഹൈപ്പർ ടെൻഷൻ നിങ്ങളുടെ page number fifty four thirty മോശമായി ബാധിക്കണമെന്നില്ല ഇല്ല കൺട്രോൾ ചെയ്യാനേ പറ്റും ആണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാം അപ്പൊ അതൊന്നും അങ്ങനെ ഒരുപാട് ഫാമിലിയെ ബാധി വോയിസ് ക്ലിയർ ആവുന്നില്ല എലിസബത്ത് മാം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് ആക്ച്വലി ക്രോണിക് ഡിസീസസ് നമ്മൾ പറയുമ്പോൾ അതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കപ്പെടുക ചിലപ്പോൾ ഈ മന്ത്സ് ഇയർ എടുക്കുന്നത് അതൊരു പ്രൊളോങ്ഡ് പീരീഡിലായിരിക്കും ആ ഡിസീസ് ഉണ്ടാവുക റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും റിവേഴ്സിബിൾ ആയിരിക്കും മാക്സിമം വരുന്ന ക്രോണിക് ഇൽനെസ് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് കിഡ്നി ഡിസീസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം acute and chronic kidney disease എന്ന് നമുക്ക് പറയാം അപ്പോൾ അക്യൂട്ട് അക്യൂട്ട് ഡിസീസിൽ അക്യൂട്ട് കിഡ്നി ഡിസീസിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് മൂലം കിഡ്നി പ്രോപ്പറായിട്ട് ഫിൽട്രേഷൻ നടക്കുന്നില്ല അപ്പൊ ആ ഒരു കേസിനെ നമുക്ക് അക്യൂട്ട് കിഡ്നി ഡിസീസ് എന്നേ പറയാൻ പറ്റുള്ളൂ അതിനെ ക്രോണിക് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ റിക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും അക്യൂട്ട് ആയിട്ടുള്ള ഈ കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് ക്രോണിക്കിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് സോ എന്ത് സംഭവിക്കും നമ്മുടെ കിഡ്നിയിലുണ്ടായിരിക്കുന്ന ഫിൽട്രേഷൻ യൂണിറ്റ് ആയ നെഫ്രോൺ അതൊക്കെ ഡിസ്ട്രക്ഷൻ സംഭവിച്ചിട്ട് ഒരിക്കലും ഇറിവേഴ്സബിൾ ആവത്തില്ല അതുകൊണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതിലൊരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റീന ട്രാൻസ്പ്ലാന്റേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ് അതിൽ നടക്കുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഡിസീസ് ആണ് നമ്മൾ എന്താണ് ക്രോണിക് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുക ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ എന്തുകൊണ്ടാണ് അവർ ക്രോണിക് കാറ്റഗറി പെടുത്തിയിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ ഹൈപ്പർ ടെൻഷന്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ കിഡ്നി ഡിസീസ് ആയി മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടോ ചിലപ്പോൾ അതുകൊണ്ടാവാം പക്ഷെ എന്നിരുന്നാലും ഹൈപ്പർ ടെൻഷൻ നമുക്കൊരു ക്രോണിക് ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഡയബറ്റിസ് മെലിറ്റസിനെയും നമുക്ക് ക്രോണിക് ഡിസീസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു എന്താ ഡയബറ്റിക് ടൈപ്പ് വൺ എന്ന് പറഞ്ഞൊരു ഡിസീസ് വരുന്നുണ്ട് കൺജനേറ്റൽ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ നമുക്ക് വേണമെങ്കിൽ ക്രോണിക് എന്ന് പറയാം പക്ഷെ ഒരു സാധാ ഹൈപ്പർ ടെൻഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സിബിൾ ആണ് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഡയബറ്റിസ് മെലിറ്റസിനെയും ക്രോണിക്കിന് പെടുത്താറില്ല ആക്ച്വലി ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ക്രോണിക് ഡിസീസ് തന്നെയാണ് അതിന് ക്യൂർ ഇല്ല മാത്രമേ ഉള്ളൂ നമുക്ക് ടൈപ്പ് ടൂവിന് നമുക്ക് എങ്ങനെ ക്രോണിക്ക് പെടുത്താൻ പറ്റും ടൈപ്പ് ടു ടൈപ്പ് ടു നമ്മൾ ആക്ച്വലി നമ്മുടെ ടൈപ്പ് ടൂല് വരുന്ന എന്താണ് നമുക്ക് നമ്മുടെ നമ്മുടെ ബോഡി പാറ്റേൺ അല്ലെങ്കിൽ നമ്മുടെ റെഗുലർ പാറ്റേൺ മാറ്റി കഴിഞ്ഞാൽ അതിനെ കൺട്രോൾ ചെയ്തത് നമുക്ക് പ്രീവിയസ്ലേക്ക് കൊണ്ടുവരാവുന്നേ ഉള്ളൂ പക്ഷെ ടൈപ്പ് വൺ ഒക്കെയാണ് നമുക്കത് മാറ്റാൻ പറ്റില്ല പാങ്ക്രിയാസിന് വരുന്ന ഡിസ്ട്രക്ഷൻ ആണ് അല്ല കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അത് ഒരു ടൈഫോയിഡ് വന്ന് പോകുന്ന പോലെയല്ല ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ പക്ഷെ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസിന്റെ അല്ല ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് വലിയ അതിന്റെ കോംപ്ലിക്കേഷൻ വന്നില്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചെയ്ത് ആക്റ്റീവായിട്ട് ജീവിക്കാൻ പറ്റും അതാണ് വ്യത്യാസം ഇപ്പൊ ഒരു വലിയ പരാലി ഒരു പരാലിസിസ് വരുന്ന ക്രിപ്ലിംഗ് അല്ല ക്രോണിക് ഡിസീസ് തന്നെയാണ് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസ് പിന്നെ ക്രോണിക് റീനൽ ഫെയിലർ കുറച്ചുകൂടി ഡെബിലിറ്റേറ്റിംഗ് ആണ് ഈ ശ്വാസം ശ്വാസമുട്ടുള്ള ആളുകളെ ഇന്നത്തെ തീർക്കാൻ പറ്റുമോ മുട്ട് നിരന്തരം ഓക്സിജൻ ഒക്കെ വെക്കണം അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ക്രോണിക്കലി ഇല്ലാണ്ട് ചേർക്കാൻ പറ്റുമോ നിങ്ങളുടെ ഇതിനനുസരിച്ച് ആസ്മ നിങ്ങളുടെ ക്രോണിക് ഡിസീസിൽ തന്നെയാണ് അവർ പെടുത്തിയിരിക്കുന്നത് ആസ്മ ക്രോണിക് ഡിസീസ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ ആസ്മ ഉണ്ടാവുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സ്റ്റിമുലയാണ് ആ സ്റ്റിമുലയെ നമുക്ക് എങ്ങനെ റാഡിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ആ സ്റ്റിമുല അവിടെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആസ്മ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് ആസ്മയെ നമുക്ക് ക്രോണിക് ഡിസീസ് തന്നെ പെടുത്താൻ പറ്റും ഇറ്റ്സ് പ്രൊളോങ്ഡ് ഉണ്ട് ഒരു മിനിറ്റ് സർ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒരു കൺഫ്യൂഷൻ വന്ന ഒന്നാണ് നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലത്തെ ഒരെണ്ണം ഒരു ക്രോണിക് ഇൽനെസ് ഉള്ള ഒരു പേഷ്യന്റിന്റെ വീട് എന്ന് തോന്നുന്നു അപ്പൊ അതിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഇതിൽ മെഡിക്കൽ ഫീൽഡുകാരുണ്ട് അപ്പൊ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാതെ understanding impact of chronic illness എന്ന് ഫോർട്ടി ഫൈവ് പ്രാക്ടിക്കൽ ഫൈവ് അതില് ഈ ഒരു നമുക്ക് ക്രോണിക് ഇൽനെസ് ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇങ്ങനെ പറയുമ്പോൾ ക്രോണിക് ഇൽനെസ്സിൽ പെടുന്ന അസുഖങ്ങൾ ഏത് നിങ്ങളുടെ പുസ്തകം അനുസരിച്ച് പറയുന്നത് അനുസരിച്ച് അപ്പൊ നമുക്ക് കുറച്ച് കിട്ടാൻ എളുപ്പമുള്ളത് ഇപ്പൊ ഡയബറ്റിക് സാധാരണ ഡയബറ്റിക് എല്ലാ ഡയബറ്റിക് പേഷ്യൻസിനും എടുക്കാവോ എന്ന ചോദ്യമുണ്ട് എടുക്കാവോ അല്ലെങ്കിൽ എല്ലാ ആസ്മ പേഷ്യൻസിനെ എടുക്കാവോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളെ ക്രോണിക് ഇൽനസ് നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ആളെ ക്രോണിക് ഇൽനസ്സിൽ പെടുത്തോ എന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇതിൽ മെഡിക്കൽ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നവരെ ഇതിൽ ക്രോണിക് ഇൽനസ്സിന് ഒരു ഇന്റർവ്യൂ നടത്തണമെങ്കിൽ പൊതുവെ നമുക്ക് ചുറ്റും എടുക്കാൻ പറ്റുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാമോ ചിലർക്ക് ചൈൽഡ്ഹുഡ് ആസ്മ ആയിരിക്കും അത് ചൈൽഡ്ഹുഡ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആസ്മ കാണില്ല ചിലർക്ക് കുറച്ചു കാലത്തേക്ക് ഉണ്ടാവും ചിലർക്ക് വല്ലപ്പോഴും ആയിരിക്കും വരുന്നത് ഈ ക്രോണിക് ആയിട്ട് എന്ന് വെച്ചാൽ എപ്പോഴും അത് ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ വർഷങ്ങളോടൊക്കെ നിൽക്കുന്നുണ്ട് അത് ആ ആസ്മ ആവുമ്പോഴേ നമ്മൾ ക്രോണിക് എന്ന് പറയുള്ളൂ ഓക്കെ നമുക്ക് സിംഗിൾ സിംഗിൾ വേടി പറയുകയാണെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എല്ലാ കണ്ടീഷനെയും ക്രോണിക്കിൽ ഉൾപ്പെടുത്താം ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എല്ലാ കണ്ടീഷനും ക്രോണിക് ഡിസീസ് നമുക്ക് മേജർ ആയിട്ടുള്ള അസുഖങ്ങളുടെ പേരൊന്ന് പറയാവോ സോറെ മേജർ ആയിട്ടുള്ള അസുഖങ്ങൾ ഈ ക്രോണിക് ഇൽനെസ്സിൽ പെടാവുന്ന അസുഖങ്ങളുടെ പേര് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോണിക് റിനൽ ഡിസീസ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ അൽഷിമേഴ്സ് പോലെയൊക്കെ അത് ക്രോണിക്ക എന്ന് പറയാം കാരണം അതൊന്നും റിവേഴ്സിബിൾ അല്ല പിന്നെ സിവിയർ എപ്പിലെപ്സി സിവിയർ എപ്പിലെപ്സി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ പറയാ അതിന്റെ ഒരു മേജർ ആ ഒരു സ്റ്റേജിൽ എത്തുക എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ക്രോണിക് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ ജുവനൈൽ ഡയബറ്റിസ് മെലിറ്റസ് അതിനെ നമുക്ക് എന്താണ് ക്രോണിക്കിൽ പെടുത്താൻ പറ്റും ദെൻ ദെൻ പിന്നീട് നമുക്ക് പിന്നെ ആ സിവിയറായിട്ടുള്ള ലങ് ഡിസീസസ് ലങ് ഡിസീസസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്യാൻസറസ് എല്ലാം ഏകദേശം ഫോർത്ത് സ്റ്റേജ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനെ ക്രോണിക് എന്ന് പറയാം കാരണം പിന്നെ അതിനകത്ത് വേറൊരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ആക്ഷൻ ഒന്നും തന്നെ നടക്കില്ല അങ്ങനെയുള്ള ഡിസീസുകളെല്ലാം ക്രോണിക് ഡിസീസ് ആണ് അത് ഒറ്റ ഉള്ളൂ റിവേഴ്സിബിൾ ആവില്ല അത് ഒരിക്കലും നമുക്ക് തിരിച്ച് ആ ഒരു നോർമൽ ലെവലിലേക്ക് വരാൻ പറ്റാത്ത എല്ലാ ഡിസീസിനും നമുക്ക് ക്രോണിക്കിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് വേറൊരു കാര്യം പ്രാക്ടിക്കൽ ഒരു ആണ് ഡയബറ്റിക് ന്യൂറോപ്പതി റെറ്റിനോപ്പതി ഒക്കെ ഉള്ള ആൾക്കാർ അതായത് ഡയബറ്റിസ് uh, കൂടുതൽ uh, ആയിട്ട് uh, കാഴ്ച പോയവര് അതുപോലെ കാല് ഇങ്ങനെ അൾസേഴ്സ് ഒക്കെ വന്ന് കാല് മുറിക്കുക അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും കാരണം അതൊരു ക്രോണിക് ഡയബറ്റിസ് ഒരു ക്രോണിക് ഡിസീസ് ആണ് അത് കാരണം ഉണ്ടാവുന്ന ഒരു ഡിസബിലിറ്റി ആണ് അപ്പൊ നമുക്ക് അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഒരു ക്രോണിക് ഡിസീസ് ആണ് ഹൈപ്പർ <coughs> ടെൻഷൻ കാരണമാണ് അധിക സ്ട്രോക്കുകളൊക്കെ കാണുന്നുണ്ട് ആ സ്ട്രോക്ക് വരുന്ന അത് നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പൊ ഒരു സൈക്കോ സോഷ്യൽ ഇതായതുകൊണ്ട് അതും നമുക്ക് എടുക്കാവുന്നതാണ് thank you thank you so much ഇതില് ഇതൊരു ചാലഞ്ചാണ് ഒരു അഡൾട്ട് പേഷ്യന്റ് നിങ്ങളുടെ പ്രാക്ടിക്കൽ മാനുവലിലും കാണുക അഡൾട്ട് പേഷ്യൻസിന്റെ സിക്ക് ക്രോണിക് ഇൽനെസ് ആണ് നിങ്ങൾ ഇന്റർവ്യൂ നടത്തേണ്ടതും അങ്ങനെയുള്ള ഫാമിലീസിനാണ് അത് കുറച്ചും കൂടി ഗൗരവം കൂടുതലാണ് കുട്ടികളുടെ ക്രോണിക് ഇൽനെസ് അത് വേറൊരു വിഭാഗമാണ് അത് വേറൊരു തരത്തിലാണ് ഫാമിലിയെ ബാധിക്കാം അപ്പോൾ challenges faced by an adult patient അത് മൊത്തത്തിൽ ആ ഒരു ക്രോണിക് ഇൽനെസ് വ്യക്തിയെ ഡ്രാസ്റ്റിക്കലി ഒരു വ്യത്യാസം വരുത്തുന്ന ഒരു അവസ്ഥയാണ് patient likely to influenced by the factors such as നമുക്കറിയാം ഇൽനെസ് ഏജിനനുസരിച്ച് പേഷ്യൻസിനെ ബാധിക്കും the onset of the illness, personal characteristics of the patient, family responsibility, other responsibilities, and available family support. ഇതിനനുസരിച്ചിട്ടാണ് ചാലഞ്ചസ് വരിക എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇനി അതൊരു കുട്ടിയാണെങ്കിൽ challenges faced by a patient who is a child അതിൽ വ്യത്യാസമുണ്ട് a child with a chronic illness like asthma or diabetics may have to miss many days of school അവരുടെ രീതികളിലുള്ള ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തപ്പെട്ടതാണ് ഒരു അഡൾട്ടിന്റെ ചാലഞ്ചും ഒരു കുട്ടിയുടെ ചാലഞ്ചും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് during the year because of repeated hospitalisation this can put the child behind and may put extra pressure on the child to catch up with the classmates ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു തലയിൽ ഒരു ട്യൂമർ വന്ന ഒരു കുട്ടി uh, ആ കുട്ടി ഇനി അധികം നാളില്ല ആക്ച്വലി ഇപ്പോഴും ലൈവാണ് ആ കുട്ടി അപ്പൊ അവളുടെ ഒരു എംബിഷൻ എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഇയർ അപ്പൊ അവൾക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല പോകാൻ പറ്റിയിട്ടില്ല ഇൻഫെക്ഷൻ അടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ വർഷം ഇപ്പൊ കഴിഞ്ഞ വർഷം കൊറോണയായി അപ്പോഴും മിസ്സിങ് ആണ് അപ്പൊ അവളുടെ ഒരു ഡിസയർ എന്ന് പറയുന്നത് ഒരു ദിവസമെങ്കിലും എൻ്റെ ക്ലാസ്മേറ്റ്സിനെയൊക്കെ ഒന്ന് കാണാനും സംസാരിക്കാനും അപ്പൊ ഇപ്പൊ ആ ടീച്ചർ അല്ലെങ്കിൽ സ്കൂളിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കുട്ടികളായിട്ട് ഈ കുട്ടിയെ വന്ന് കാണാണ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയിരിക്കുകയാണ് ആ കുട്ടി ഇപ്പോഴും ട്യൂമർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു പാർഷ്യൽ രണ്ട് മൂന്ന് സർജറികൾ കഴിഞ്ഞു എങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അത് ഇനിയും എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഉള്ള കാലം ഇപ്പൊ കുറച്ച് വാരി ബിഹേവിയർ ചേഞ്ചസ് ഒക്കെ കുട്ടിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അവരെ ഫാമിലി അവര് ഡോക്ടേഴ്സ് ഒരുക്കുന്നുണ്ട് കാരണം ഇത്രയും അതിന് പറ്റുള്ളൂ ഇന്ന സൈഡിലാണ് ആ ട്യൂമർ കാണുന്നത് കുറച്ചും കൂടി ഇന്റീരിയർ ആണ് ട്യൂമർ എന്നുള്ള രീതിയിൽ അപ്പൊ ഒരു കുട്ടിക്ക് വരുന്നതും അവരെ അവരെ സംബന്ധിച്ചിട്ടുള്ള ചാലഞ്ചസും ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ചാലഞ്ചസും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നൊന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പൊ നമ്മളൊരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ ചോദിക്കേണ്ട രീതികളിൽ വ്യത്യാസമുണ്ട് ഒരു അഡൾട്ട് ആണെങ്കിൽ ചോദിക്കേണ്ട രീതി അസസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസങ്ങളുണ്ട് ഇനി ഇതൊരു ഫാമിലി ഇങ്ങനെയുള്ള ആരായാലും അവരുടെ ഒരു ഫാമിലി ആണെങ്കിൽ അവരുടെയും അസസ്മെന്റ് രീതികളിൽ അല്ലെങ്കിൽ ആ ഒരു ഫാമിലി എങ്ങനെയാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിലും വ്യത്യാസങ്ങളുണ്ട് challenges faced by the families depending on who is ill patient with chronic illness parentified child parent child communication shift in parenting rules aged parents with chronic illness caregiver burden grief uh, grief over anticipated loss, partner with chronic illness ഈ ഓരോ കാറ്റഗറി ആണെങ്കിലും അതിൽ വ്യത്യാസങ്ങളുണ്ട് റോൾ ഷിഫ്റ്റ് ആണ് കപ്പിൾ കമ്മ്യൂണിക്കേഷൻ വ്യത്യാസം വരും സോഷ്യൽ ഐസൊലേഷൻസ് ആണ് ഭയങ്കര ഒരു ഇത് നമുക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം ഇൻറ്റിമസി ലെവലില് ലോ വരും അപ്പൊ നമുക്ക് കാറ്റഗറൈസേഷൻ uh, ഉണ്ട് uh, ഇപ്പൊ ഒരു കൊച്ചും അപ്പനും അല്ലെങ്കിൽ പാരൻസും ഒരു കുട്ടിക്കാണ് വരണതെങ്കിൽ കുട്ടിയും പാരൻസും തമ്മിലുള്ളതിലാണ് വ്യത്യാസം വരിക ഇനിയൊരു ഏജ്ഡ് പാരന്റ് ആണ് എങ്കിൽ നമ്മൾ പറയുന്നത് കെയർ ഗീവർ എന്ന് പറയുന്ന ഒരു റോളിലാണ് ബുദ്ധിമുട്ട് വരുന്നത് ഇനി പാർട്ട്ണറാണ് കപ്പിളാണ് എങ്കിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കമ്മ്യൂണിക്കേഷൻ ഒരു ഒറ്റപ്പെടല് അങ്ങനെയുള്ള ആശയങ്ങളിലാണ് ഈ ഒരു ചാലഞ്ചായിട്ട് കടന്നു വരിക child with chronic illness grief over losing normal childhood and imagined futures developmental uh, issues uh, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് ഒരു കുട്ടിക്കാലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഒരു നോർമൽ പാറ്റേൺ ഓഫ് ചൈൽഡ്ഹുഡ് ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പല ഡെവലപ്മെന്റൽ uh, ലാഗുകൾ നമുക്ക് കാണാൻ പറ്റും family dynamics that influence and are influenced by children's health challenges faced by the healthy sibling മറ്റു കുട്ടികളുടെ വളർച്ചയും അതും അതിലും ഒരു കുട്ടി വീട്ടിൽ അസുഖമുള്ളതുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ വളർച്ചയെയും അത് സാരമായി ബാധിക്കുന്നു കാരണം അവരെയും ടേക്ക് കെയർ ചെയ്യാനൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടുകൾ വരാം families coping with terminal illness terminal എന്ന് പറഞ്ഞാൽ അറ്റ് ദി എൻഡ് ആണ് ഒരു ഡെത്ത് ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥ വിശേഷം അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലി അങ്ങനെയുള്ള ഒരു ഇൽനസ് പേഷ്യന്റിനോട് കൂടി ജീവിക്കുന്ന ഒരു ഫാമിലി കോപ്പ് ചെയ്യുന്ന രീതി വളരെ വേറിട്ടതാണ് facing the inevitability of death then നമ്മൾ പറയണ ഈ ഒരു നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു സ്ട്രോക്ക് വന്നു കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി ഒരു മൂവ്മെന്റും ഇല്ല ഒരു ഒരു ചലനം പോലും ഇല്ല എപ്പ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളുകളെ വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ വന്ന വിസിറ്റ് ചെയ്യാൻ ആ അതായത് സ്ട്രോക്ക് വന്നവരിൽ വ്യത്യാസമുണ്ട് സ്ട്രോക്ക് വന്ന് സംസാരിക്കുന്നവരുണ്ട് കണ്ണ് മൂവ് ചെയ്യുന്നവരുണ്ട് കൈയനക്കുന്നവരുണ്ട് ഇതൊന്നുമില്ലാതെ അതായത് മരിച്ചതിനൊക്കുമേ കിടക്കുന്ന ഒരവസ്ഥയില് എന്നാൽ ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി നല്ല അവെയർ കാരണം കണ്ണുനീര് ചിലപ്പോൾ വരുന്നത് കാണാം പക്ഷെ ഒരു സൈഡ് പോലും നമ്മൾ തൊട്ടാ പോലും അനക്കാൻ പറ്റാത്തൊരവസ്ഥ വിശേഷത്തില് കിടക്കുമ്പോ ഡോക്ടേഴ്സ് ചിലപ്പോഴൊക്കെ പറയും ഇത് ഇത് എത്ര നാള് എന്ന് അറിയില്ല പക്ഷെ നമ്മള് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒരു ബോഡി വെറുതെ ഒരു കിടപ്പ് അങ്ങനെയുള്ള മനുഷ്യരുടെ രീതി ആ ഒരു ഫാമിലിയുടെ അവസ്ഥ എങ്ങാനും കാണാൻ പറ്റി പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഒരു വേറിട്ട വളരെ കാരണം അൺടൈമിലി നമ്മൾ പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ കണ്ട അൺടൈമിലി ഡെത്ത് ആണ് കാരണം അവര് ആക്ച്വലി മരിക്കരുത് എന്ന് കാരണം ഒരാള് നീ അവരങ്ങനെ കുറെ നാൾ കിടന്നു എന്ന് വിചാരിച്ചു ചില ഫാമിലിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരങ്ങനെ കുറെ നാൾ അവിടെ കിടന്നു എന്നിട്ട് നമ്മൾ കാണാൻ പോകുന്ന നമ്മൾ വിചാരിക്കും ദൈവമേ ഇവരൊന്നും മരിച്ചു പോയാൽ മതി കാരണം വെച്ചിട്ട് എത്ര നാളെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കിടക്കണം എത്ര നാളെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം പക്ഷെ ആ ഫാമിലിയോട് ചോദിച്ചാൽ പൊതുവെ നമ്മൾ കേൾക്കാറുള്ളത് എന്താണെന്നറിയോ എന്തായിരിക്കാം എന്നറിയോ നിങ്ങൾക്ക് നമുക്കൊരു സ്ട്രെങ്താന്ന് പറയും ഞങ്ങൾ പാലേറ്റിന് പോകുമ്പോൾ ഒരു തലേന്ന് കഴുത്തേലും മരം വീണ ഒരു ചേട്ടനുണ്ട് അപ്പോൾ കഴുത്ത താഴേക്ക് മുഴുവൻ പാരലൈസ് ആയിട്ട് പുള്ളിക്ക് വർത്താനം പറയാൻ പറ്റില്ല വൈഫിനോട് പറയും പറയാണ് പുള്ളി ഇങ്ങനെ കടന്നാലും പോലും അത് സ്ട്രെങ്ത് ആണ് പറയുന്നത് അവരുടെ പ്രസൻസ് പിന്നെ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അവരുടെ പ്രസൻസ് തന്നെ ഒരു സ്ട്രെങ്ത് ആയിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട് വളരെ വളരെ കുറച്ച് ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലാണ് നമ്മൾ പറയണത് ഒന്ന് മരിക്കാൻ എന്ന് പറയണത് അതല്ലാതെ അഡൾട്ട്ഹുഡ് ഏജിലോ ചൈൽഡ്ഹുഡ് ഏജിലോ ഒരു വ്യക്തി ടെർമിനൽ ഇൽനെസിന്റെ സ്റ്റേജിലേക്ക് വരുമ്പോൾ സാധാരണ ഫാമിലി പറയുക ഇങ്ങനെ കിടന്നാ മതി അത് എത്ര വർഷം കിടന്നു എന്ന് പറഞ്ഞാലും വിരോധം ഒട്ടുമില്ല ഈ മനുഷ്യൻ അല്ലെങ്കിൽ ഈ ഒരു ചേച്ചി ഒരു തരത്തിൽ നമുക്ക് ഒരു റെസ്പോൺസും തരുന്നില്ല ഒരു ഫിസിക്കലോ അല്ലെങ്കിൽ ഈവൺ ഒരു നോട്ടം പോലും ഒരു കണ്ണു പോലും തുറക്കുന്നില്ല ഒരു ഫുഡ് പോലും വായക്കൂടെ കഴിക്കുന്നില്ല ഇങ്ങനെ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഈ ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു ആറു വർഷം ഒരു ചേട്ടൻ സ്ട്രോക്ക് വന്നതിന് ശേഷം കിടന്നു അതില് അഞ്ചു വർഷം ഈ ചേച്ചി ഓരോ വർഷവും നോക്കുന്നത് നമ്മൾ കാണുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഇതേമേ ഈ ചേട്ടൊന്ന് മരിച്ചാൽ മരിച്ചാ മരിച്ചാൽ ഞങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ ഉറക്ക പറയുന്നില്ല പക്ഷെ ഈ ചേ ഉറക്ക പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ ചേച്ചി പറയുന്നത് സിസ്റ്റർ ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്നാ മതി എനിക്ക് ഈ മനുഷ്യൻ ഇങ്ങനെ കിടന്നാ മതി ഈ മനുഷ്യനെ ശുശ്രൂഷിക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കാരണം തുടക്കത്തിൽ അങ്ങനെയല്ലായിരുന്നു കേട്ടോ തുടക്കത്തിൽ ഭയങ്കര ഹോപ്പായിരുന്നു രക്ഷപ്പെടും രക്ഷപ്പെടും പക്ഷെ പിന്നെ ഡോക്ടേഴ്സിന് ഇനി ഒന്നും നോക്കാനില്ല ഇനി ഹോസ്പിറ്റലിൽ എടുത്തിട്ട് കാര്യമില്ല ഇനി നമ്മൾ വേണമെങ്കിൽ ഇതൊക്കെ ഊരി വെച്ച് ഈ ഓക്സിജൻ ഇതൊക്കെ ഊരി വെച്ച സംഗതി കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ആ ഒരു അവസ്ഥയിൽ കിടന്നാൽ മതി എന്ന് പറയുന്ന ഫാമിലി ഉണ്ട് ഇനി നേരെ വിപരീതമുണ്ട് കാരണം ഫൈനാൻഷ്യൽ തിങ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ വളരെ അധികം കഷ്ടപ്പെടുന്ന അത് എനിക്ക് തോന്നുന്നു മെജോറിറ്റി അത് ഉണ്ടാകാൻ വഴി കുറവാണ് നമ്മളിപ്പോ ഫാമിലീസിനെ കാണുമ്പോൾ അങ്ങനെയുള്ള ഒരു എത്ര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഒന്ന് അവരെങ്ങനെയെങ്കിലും ഇങ്ങനെ ഒരാളായിട്ട് ഇവിടെ കിടന്നാ മതി ഞാൻ എന്തുമാത്രം വേണമെങ്കിലും നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഓൾഡ് ഏജിലെത്താതെ ഒരു അഡൾട്ട്ഹുഡ് ഏജില് അസുഖ ക്രോണിക് ഇൽനെസ്സിലേക്ക് പോയി ഒരു ടെർമിനൽ സ്റ്റേജ് വരുമ്പോൾ വരുന്നത് അങ്ങനെയുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഒരു ഡെത്ത് കയറി വരുമ്പോൾ ഈവൻ ടെർമിനൽ ഇല്ലസ് ഒക്കെ ഒരു ഒരുവിധം ഫാമിലി അതിനോട് അഡ്ജസ്റ്റഡ് ആണ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന് ഉള്ളൊരു അവസ്ഥയാണെങ്കിൽ കൂടിയും പെട്ടെന്ന് ഒരു ഒരു മരണം കയറി വരുമ്പോൾ ആ ഒരു മരണവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു പരിധി വരെ വളരെ ബുദ്ധിമുട്ടാണ് ഫാമിലിക്ക് നിങ്ങളൊക്കെ ഇവിടെ ഇല്ലേ ഉച്ചനേരാണ് ഉറക്കം വരുന്നില്ലല്ലോ ഉണ്ട് ഓക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു ഫാമിലി വിസിറ്റ് ചെയ്തത് ചിലപ്പോ നിങ്ങളൊക്കെ കേട്ട് കേട്ടിട്ടുണ്ടാകാം പേപ്പറിലൊക്കെ ന്യൂസ് ആയിരുന്ന ഒരു പത്ത് മക്കളുള്ള ഒരു മകൻ ഒരു നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് അമ്പത് വയസ്സ് അങ്ങടെ ആയിട്ടുള്ള അവന് അവൻ തെങ്ങും വന്ന് വീണു ആ കുറച്ച് ഇത് കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം കിടന്നുള്ളൂ അതിൻ്റെ ഉള്ളില് മരിച്ചു അപ്പോ പത്ത് മക്കള് പത്താമത്തെ കൊച്ച് പ്രഗ്നന്റ് ആണ് ഭാര്യ പ്രഗ്നന്റ് ആണ് പത്താമത്തത് ഒമ്പത് കുട്ടികൾ അവിടെ ഉണ്ട് ഈ മനുഷ്യൻ തീരെ വയ്യ അതായത് നമ്മുടെ ഈ കൊറോണ സീസണിൽ തീരെ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തൊരവസ്ഥ വന്ന് ഒരു രണ്ട് മൂന്ന് ദിവസം പച്ചരിയൊക്കെ വീട്ടിൽ വെച്ച് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായപ്പോ ഭാര്യ വളരെ കോപ്പറേറ്റീവ് ആണ് ഭാര്യ അപ്പോ ഈ ഭാര്യ അവസാനം പറഞ്ഞു ഒരു ഇത്തിരി നല്ല അരി കിട്ടി കിട്ടിയെങ്കിൽ നന്നായിരുന്നു മൂന്നാല് ദിവസമായി പച്ചരി കഴിച്ചിട്ട് വായ അങ്ങോട്ട് ഒട്ടണു എന്ന് പറഞ്ഞപ്പോ റിസ്കി ആയിരുന്നു ഈ ഒരു ജോലി അതായത് ഈ തെങ്ങ് അത്ര അങ്ങോട്ട് ഒരു നല്ല ഹെൽത്തി തെങ്ങല്ലായിരുന്നു ഇത്തിരി പൂതലിച്ച പോലത്തെയാണ് അപ്പോ മോനെയും കൂട്ടിയിട്ടാണ് മൂത്ത മോൻ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് ഉണ്ട് അപ്പൊ മൂത്ത മോനെയും കൂട്ടിയിട്ടാണ് ഈ ഇദ്ദേഹം തെങ്ങ് കയറാൻ തെങ്ങ് വെട്ടാൻ പോയത് അപ്പൊ തെങ്ങ് മുറിക്കണ ആ അവിടെ എത്തിയപ്പോ ഒരു പ്രാവശ്യം മുറിച്ചിറങ്ങി കഴിഞ്ഞപ്പോ വീണ്ടും കുറച്ചും കൂടി ഒന്ന് വെട്ടി ഒതുക്കിയില്ലെങ്കിൽ മതിലുമ്മലിക്ക് വീഴും എന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് അത്രയും കൂടെ ഒരു പന്തിക്കേട് ഒരു ഇത്രയും സുഖം തോന്നിയില്ല കാരണം ആ തെങ്ങ് അത്രയും കൂടെ ബലമില്ല അപ്പൊ മോനോട് ചോദിച്ചു ഇത് വീണ്ടും വെട്ടണോ എന്ന് ചോദിച്ചപ്പോ മോൻ പറഞ്ഞു അപ്പനെന്താ തോന്നണേന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യേ എന്നിട്ട് അത് ചെയ്യേ എന്നും പറഞ്ഞ് കേറിയതാണ് കേറി അങ്ങോട്ട് എത്തി ഉടനെ ഈ കെട്ടിയ കയറ് പെട്ടെന്ന് പോയി ഗ്രിപ്പ് പോയി തെങ്ങ് മറിഞ്ഞു ഇയാൾ അതേപോലെ അടിച്ച് താഴെ വീണു ഈ മോനാണ് ഓടിച്ചെന്ന് കോരിയെടുത്ത് കയ്യിലെടുത്ത് വെള്ളം കൊടുത്തതും അപ്പോഴേക്കും തൊട്ടടുത്ത വീട്ടുകാർ ഓടി വന്ന് വെള്ളം കൊടുത്തു ഒരു എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് ദിവസം കുറച്ച് നേരം അവിടെ ഇതായുള്ള അതിന് ശേഷം മരിക്കുവാണ് ഒരിക്കലും ആ മകൻ മരിക്കും എന്ന് അല്ല സോറി മരിക്കും മരിക്കുമെന്ന് ആ മകൻ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം അങ്ങനെയുള്ള ഒരു പോക്കാണ് പിന്നെ അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ബോഡി വീട്ടിലേക്ക് വരുന്നു ആ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളൊക്കെ കണ്ടപ്പോൾ പേപ്പറിലൊക്കെ വന്നപ്പോൾ ഒരുവിധം ഒരു നല്ല ഫെയ്ത്ത്ഫുൾ അല്ലെങ്കിൽ ഒരു ഭയങ്കര നല്ലൊരു വിശ്വാസമുള്ള ഒരു മോനും ഒരു ഫാമിലി അങ്ങനെ നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരു ഫാമിലിയാണ് ഈ കുട്ടിയോട് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന എങ്ങനെയാണ് ഇതിനോട് കോപ്പ് ചെയ്യുന്ന സംഗതി അപ്പോൾ ഈ കുട്ടി പറയുന്ന രീതികളുണ്ട് അവസാനം ഈ ഈ ഏറ്റവും താഴെയുള്ള കുട്ടി പറയുന്നത് ഇങ്ങനെയാണ് ആ ഒരു അവസ്ഥയില് അപ്പനെ തിരിച്ചു കിട്ടിയിരുന്നു എങ്കില് അത് മതിയായിരുന്നു ഞാൻ അതാ പ്രതീക്ഷിച്ചത് പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല ആ ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഈവൺ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ആള് പോയതെങ്കിലും കുട്ടികൾ പറയുന്നത് ആ ആരോഗ്യം വേണമെന്നില്ല ഞങ്ങളുടെ അപ്പനെ കാരണം കംപ്ലീറ്റ്ലി വീണ ഉടനെ മനസ്സിലായ നടുവൊക്കെ പോയി എന്നുള്ളതും അപ്പൊ അതില് ഒന്നുമില്ലാത്ത അവസ്ഥയിലായാലും ഞങ്ങൾക്ക് അപ്പനെ കിട്ടിയാൽ മതിയായിരുന്നു പക്ഷെ ഈ ഒരു പോക്ക് ഭയങ്കര ഒരു പോക്കാണ് നിങ്ങളിവിടെ രണ്ടാമത്തെ പോയിന്റ് കാണാം അൺടൈമിലി ഡെത്ത് ഏറ്റവും മനുഷ്യരെ ഒരു ഫാമിലിയെ പിടിച്ചു കുലുക്കുന്ന ഒന്നാണ് അൺഎക്സ്പെക്റ്റഡ് ടൈമില് ഒരു വ്യക്തി വീട്ടിൽ നിന്ന് അത് ഈവൻ ടെർമിനൽ സ്റ്റേജ് ആണെങ്കിൽ കൂടി അത്രയും നമ്മൾ പ്രിപ്പയർഡ് ആണ് ടെർമിനൽ ഞാനിപ്പോ ഈ പറഞ്ഞതിൽ പ്രിപ്പയർഡ് അല്ല അവര് പ്രിപ്പയർഡ് ആണെങ്കിലും പ്രിപ്പയർഡ് അല്ലെങ്കിലും നിങ്ങൾ ഇനി വേറെ എനിക്ക് തോന്നുന്നു അടുത്ത ബ്ലോക്കിൽ വരുന്ന ഒരു ഗ്രീഫ് വരുന്നുണ്ട് മരണം ആ ഒരു അവസ്ഥ ഡെത്ത് എന്ന് പറയുന്നത് അത് അൺടൈമിലി ആണെങ്കിൽ ആ ഒരു ഫാമിലിയെ അതിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോരുക എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഒരു ചേച്ചി ഒരു കൊച്ചു ആക്സിഡന്റില് ഒരു അഞ്ചു ദിവസമാണ് ഐ സിയുൽ കിടന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടി കംപ്ലീറ്റ്ലി പോയി ഇനി നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടു കൂടിയാണ് കിടക്കുന്നത് അമ്മ ഒരു അഞ്ചു ദിവസവും ഈ ഐ സിയുവിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി അവസാനം ഇവൻ പലതും പല അവയവങ്ങളും ഇവൻ ഇല്ല ഇങ്ങനെ കിടന്ന ഈ കൊച്ച് എല്ലാവരും പറയണു പുറത്ത് നിൽക്കുന്ന എല്ലാവരും പറയണു ഈശോ ഈ കുട്ടീനെ കിട്ടിയാൽ എന്തായിരിക്കും പക്ഷെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മ പറയുന്നു എൻ്റെ മോനെ എനിക്ക് ഇങ്ങനെ കിട്ടിയ മതി this is the difference between family and the outsider അപ്പോൾ ഇത് ഒരു ഫാമിലി കോപ്പ് ചെയ്യുന്നത് എങ്ങനെ ഇനി ഇതിൽ വ്യത്യാസങ്ങളുണ്ട് ചിലർക്ക് ഇത് ബേർഡൺ ആണ് ചിലവർക്ക് ഇത് ബേർഡൻ അല്ല നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഫാമിലീസ് യുണീക്ക് ആൻഡ് ഒരു ഡിഫറെന്റ് സിസ്റ്റമാണ് അപ്പൊ അതിലെ ഏത് എല്ലാ പാരൻസും ഇങ്ങനെ എടുക്കുമോ നമുക്കറിയില്ല എല്ലാ അമ്മമാരും ഇങ്ങനെ പറയുമോ അറിയില്ല പക്ഷെ ഓരോ അമ്മമാരും അല്ലെങ്കിൽ ഓരോ ഫാമിലിയും നമ്മൾ കാണുന്ന ഈ ഒരു ഈവൻ മരണത്തോടടുക്കുന്നവരെ കാണുന്ന അല്ലെങ്കിൽ ആ സുഖത്തെ കാണുന്ന രീതികളിലെ വ്യത്യാസമുണ്ട് പക്ഷെ അത് കോപ്പി ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം ഇങ്ങനെ ഈ ക്രോണിക് ഇൽനസ് ഇങ്ങനെ ബെഡ് റിഡൻ പേഷ്യൻസ് ഒരുപാട് പാലിയേറ്റീവ് കെയർ കാണുന്നതാണ് പലപ്പോഴും ഈ കെയർ ഗിവർ ഒരു കുടുംബത്തിൽ ചിലപ്പോൾ ഒറ്റ ആളായിരിക്കും ആ രോഗിയെ പിന്നെ ശുശ്രൂഷിക്കുന്നത് ആ വ്യക്തിക്ക് ഭയങ്കര മെന്റൽ ടെൻഷൻ ആയിരിക്കും മറ്റുള്ളവർക്ക് വലിയ ഇടപെടില്ല ഒരു കാരണം ഹൗസ് വൈഫിനായിരിക്കും പോകുന്നത് കൂടുതൽ അവര് ചെയ്യുന്നതിനെ അത്ര കെയർ കൊടുക്കാൻ ചിലപ്പോൾ പറ്റില്ല ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞു അപ്പൊ അങ്ങനെ ചിലപ്പോ പിന്നെ അവരെ അമ്മയെ കൂടെ ശ്രദ്ധിക്കുന്ന പിന്നെ മരിക്കാൻ കഴിഞ്ഞപ്പം മറ്റു സംഭവങ്ങളൊക്കെ കുറ്റപ്പെടുത്തും ഇങ്ങനെ ശരിക്കും നോക്കിയില്ല അങ്ങനെ ചെയ്തില്ല ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഗീവറിനായിരിക്കും അപ്പൊ കൂടുതൽ എന്താ കൂടുതൽ സഫർ ചെയ്ത് പലപ്പോഴും ഈ രോഗിയെ ശിക്ഷിക്കുന്ന ആളായിരിക്കും ഫാമിലീസിൽ തന്നെ ഒരു നമ്മളും ഈ പേഷ്യന്റിനെ കാണുമ്പോൾ ആ പേഷ്യന്റിന് വലിയ സന്തോഷമൊന്നുമില്ല ആ പേഷ്യന്റ് മരിച്ചു പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ വെറുതെ ഇങ്ങനെ കിടന്ന് ഡെത്ത് ഒരു മോശം കാര്യമായിട്ട് നമ്മളപ്പോൾ ചിന്തിക്കുന്നില്ല ഡെത്ത് പറയുമ്പോൾ ഒരു that a best value okay എനിക്ക് അത്രയും കൂടെ ക്ലിയർ അല്ലായിരുന്നു ഓഡിയബിൾ അല്ലായിരുന്നു anyway any other opinions okay next point നിങ്ങൾക്ക് അവിടെ കാണാം സ്പെഷ്യൽ സ്റ്റിഗ്മ ഓഫ് എയ്ഡ്സ് ഇതും ഒരു ക്രോണിക് ഇൽനെസിന്റെ ഭാഗമാണ് AIDS what is your opinion about or the stigma regarding HIV patients? Your knowledge. H I വിയെ പറ്റി എല്ലാ അബദ്ധധാരണകളും മാത്രമേ ഉള്ളൂ എച്ച് ഐ വി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ട്യൂബർക്യുലോസിസ് ഉള്ള പേഷ്യന്റ് അടുത്ത് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആമേ ഓഡിബിൾ ട്യൂബർക്യുലോസിന്റെ ഉള്ള ഒരു പേഷ്യന്റ് ഇങ്ങനെ കോഫ് ചെയ്തോണ്ടിരുന്ന നമുക്ക് അസുഖം കിട്ടാൻ ചാൻസ് ഉണ്ട് ഇറ്റ്സ് വെരി ഇൻഫെക്ഷ്യസ് പക്ഷെ ഞാൻ പേഴ്സണലി എച്ച് ഐ ഉള്ള പേഷ്യൻസിനെ തൊടുകയും ഞാൻ ചെറിയ കുട്ടികളെ എടുക്കുകയും കിസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അങ്ങനെ അവര് നമ്മുടെ കൂടെ ഇടപഴകിയ നമുക്ക് വെറുതെ ഇങ്ങനെ അസുഖം കിട്ടൂല പക്ഷെ ഒരുപാട് ഭയങ്കര ആവശ്യമില്ലാത്ത പേടിയാണ് പണ്ട് ലെപ്രസിനോടുള്ള മനോഭാവമാണ് എച്ച് ഐ വി പേഷ്യൻസിനോടുള്ളത് വളരെ എന്താ ഒരു അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു വിവരങ്ങളാണ് ജനങ്ങൾക്കുള്ളത് പിന്നെ നമ്മൾ താമസിച്ചാലും നമുക്കൊന്ന് ബാധിക്കാൻ ഓക്കെ മാം അതൊരു അനാവശ്യമായ ഭയമാണ് എന്ന് പറയുമ്പോഴും എച്ച് ഐ വി എന്ന് പറയുന്ന ആശയത്തെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാവോ അതിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സ്റ്റേജ് ഗവൺമെന്റ് ഇപ്പൊ അതിന് കൊടുക്കുന്ന മാനങ്ങൾ അല്ലെങ്കിൽ ഇത് ഓർഗനൈസ്ഡ് ആണ് ഇന്ന് എച്ച് ഐ വി ഇതിനെ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊരു ഓർഗനൈസ്ഡ് സൊസൈറ്റിയാണിത് ഇതിന് കുറേ ആനുകൂല്യങ്ങളൊക്കെ ഇന്നുണ്ട് ഒപ്പം തന്നെ ഇത് സ്പ്രെഡ് ആകാൻ സാധ്യതകൾ ഇല്ലേ എച്ച് ഐ വിക്ക് ഇന്ത്യയിലെ തേർഡ് റേഞ്ചിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യ മൂന്നാം സ്ഥാനത്താണ് എച്ച് ഐ വിയുടെ ലിസ്റ്റിൽ അപ്പോ എന്തുകൊണ്ടാണ് ഇത്രമാത്രം സ്പ്രെഡിങ് വന്നിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡുകാരെ അതിനോട് വർക്ക് ചെയ്യുന്നവരെ ഒന്ന് നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒന്ന് ഇടാവോ എച്ച് ഐ വി സ്പ്രെഡ് ചെയ്യുന്നതിന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് രീതിയിലെ സ്പ്രെഡ് ചെയ്യുള്ളൂ ആ എച്ച് ഐ വി പേഷ്യന്റ് ആയിട്ട് സെക്സ് ചെയ്ത സ്പ്രെഡ് ആവും അല്ലെങ്കിൽ കോമൺ ഇഞ്ചക്ഷൻ ഒരു ഇഞ്ചക്ഷൻ ഒരു സിറിഞ്ച് അവരുപയോഗിച്ച സിറിഞ്ച് ഉപയോഗിച്ച് നമ്മൾ ആ സിറിഞ്ചിൽ നമ്മുടെ ദേഹത്ത് ഉപയോഗിച്ചാൽ സ്പ്രെഡ് ചെയ്യും പിന്നെ ഉള്ളത് ത്രൂ ബ്ലഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആ ബ്ലഡ് എടുത്ത് വേറെ ആളുടെ ബ്ലഡ് കയറ്റിയാൽ ആകും അപ്പൊ ഇങ്ങനെയുള്ള രണ്ടു മൂന്ന് രീതിയിലെ എച്ച് ഐ വി സ്പ്രെഡ് ആവുള്ളൂ സാധാരണ ഇന്ററാക്ഷനിൽ സ്പ്രെഡ് ആവില്ല പിന്നെ എച്ച് ഐ വിക്ക് ഇപ്പം നല്ല എച്ച് ഐ വി ക്യൂറബിൾ അല്ല അത് പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തും നല്ല മരുന്നുകളുണ്ട് മൾട്ടി തെറാപ്പിയാണ് ഞാൻ അറിഞ്ഞിടത്തോളം നമ്മുടെ കേരളത്തില് H I V government hospitals H I V drugs medicines കൊടുക്കുന്നുണ്ട് അവിടെ പോയി രജിസ്റ്റർ ചെയ്താൽ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരുപാട് ഡിസീസിനെ കൺട്രോൾ ചെയ്ത് സാധാരണ രീതിയിൽ ജീവിക്കാൻ പറ്റും ആ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കും എച്ച് ഐ വി എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ് എച്ച് ഐ വി എന്ന് പറയുമ്പം ഇൻഫെക്ഷൻ ആ എച്ച് ഐ വി ആ വൈറസ് നമ്മൾ ശരീരത്തിന് ഇൻഫെക്റ്റഡ് ആകുന്ന സ്റ്റേജിനാണ് എച്ച് ഐ വി എന്ന് പറയുന്നത് ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് ആ ഡിസീസ് പുറത്തു വരുമ്പം ആ സിംറ്റംസ് പുറത്തു വരുമ്പോഴാണ് എയ്ഡ്സ് ആവുന്നത് ആ എച്ച് ഐ വി ആ വൈറസ് കയറി മാസങ്ങൾക്ക് ശേഷം മാത്രമേ ആ ഡിസീസ് ആയിട്ട് വരുള്ളൂ അപ്പോഴേ ഇമ്യൂ ആ സിംറ്റംസും ഇമ്മ്യൂണിറ്റി കുറയുന്നതൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ H I V H I വിയോട് കൂടി തന്നെ ആരോഗ്യ ആക്റ്റീവായിട്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അപ്പം ഒരുപാട് ലൈഫ് പ്രൊലോ life has been prolong so much with so many good medicine പിന്നെ മാറേണ്ടത് ഇതിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളും ശരിയായ ധാരണകൾ ഉണ്ടാകുകയാണ് വേണ്ടത് ഇപ്പോഴും അൺസേഫ് സെക്സും പിന്നെ അങ്ങനെ അത് കാരണമായിരിക്കും പിന്നെ ഇപ്പോഴും സ്പ്രെഡ് ചെയ്യുന്നത് ഓക്കെ മാം ഒരു സംശയം ഇപ്പൊ നമ്മുടെ ഒരു ഫാമിലിയിലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്ലസ് ഒരു കുട്ടി ഇത്രയും പേർക്ക് എച്ച് ഐ വി പോസിറ്റീവും ഒരു കുട്ടിക്ക് എച്ച് ഐ വി നെഗറ്റീവും അതായത് എച്ച് ഐ വി ഇല്ല എങ്കിൽ ആ ഫാമിലിയുടെ ഈ കുട്ടിയുടെ സേഫ്റ്റി എന്താണ് ആ എച്ച് ഐ വി നെഗറ്റീവായ കുട്ടി നെഗറ്റീവ് ആണെങ്കിൽ ഒട്ടും അൺസേഫ് അല്ല ആ കുട്ടിക്ക് സേഫ്റ്റി സേഫ് ആണ് ആ കുട്ടി കുട്ടി സേഫ് ആണ് ഇവരോടൊത്തുള്ള ലൈഫ് കുട്ടിക്ക് സേഫ് ആണോ അതോ അൺസേഫ് ആണോ ഈവൻ കുട്ടി സേഫ് ആണ് യെസ് ടോയ്ലറ്റ്സ് ഞാൻ കോമൺ ടോയ്ലറ്റ്സ് ഉപയോഗിച്ചാൽ പോലും സ്പ്രെഡ് ചെയ്യില്ലെന്നാ പറയുന്നത് നമ്മൾ ആഹാരം കഴിച്ചോണ്ടോ തൊടുന്നോണ്ടോ അവരോടൊപ്പം ആഹാരം കഴിച്ചോണ്ടോ തൊടുന്നോണ്ടോ കെട്ടിപ്പിടിച്ചോണ്ടോ ഒന്നും വരില്ല പിന്നെ നമുക്കൊരു വൂണ്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൊരു ഓപ്പൺ വൂണ്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ വല്ല ബ്ലഡ് അതിൽ വന്ന് പതിച്ചാൽ അങ്ങനെ സംഭവിക്കായിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ ഒരു അല്ല സാധാരണ രീതിയിൽ അവരെ അകറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല കാരണം അങ്ങനെ നമ്മളെ ദേഹത്ത് കയറി പിടിക്കുന്ന ഒരു ഇൻഫെക്ഷൻ അല്ല ഇത് okay okay so thank you so much ഇനി നമ്മൾ പോകുന്നത് couples coping with chronic illness ഇതിലെ കപ്പിൾസ് ആണ് ഇതിലെ ഏതെങ്കിലും ഒരു പാർട്ട്ണർ ആയിരിക്കും ഉണ്ടാ ഇതിന് അസുഖത്തിന് വിധേയമാകി എങ്കില് മെയിൻ ആയിട്ട് അത് കോപ്പി ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് കപ്പിൾ കമ്മ്യൂണിക്കേഷൻസ് അവർ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടത് അവരുടെ ഇടയിലുള്ള ഈ അസുഖം മൂലം ചിലപ്പോൾ ഒരു ഗ്യാപ്പോ അല്ലെങ്കിൽ ഒരു വിഷമോ അല്ലെങ്കിൽ ആങ്സൈറ്റിയോ ഉറക്കം പോക്കോ അല്ലെങ്കിൽ ടെൻഷനോ ഇതൊക്കെ മൂലം ഒരു ഗ്യാപ്പ് അവരുടെ ഇടയിൽ വീഴാൻ സാധ്യതകളുണ്ട് അപ്പോ നമ്മൾ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഇത്തരം ഒരു ഫാമിലിയെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഇത്തരം ഒരു കപ്പിളിനെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ അവരുടെ ഇന്റിമസി റേറ്റ് മുന്നുണ്ടായിരുന്നതും അസുഖം ഡയഗ്നോസ് ചെയ്തതിന് ശേഷവും ഇന്നതൊരു ക്രോണിക് അവസ്ഥയിൽ വന്ന് നിൽക്കുമ്പോഴും ഉള്ള ആ ഒരു വാരിയേഷൻസിനെ അസസ് ചെയ്ത് ആ ഒരു ഇന്റിമസിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഇന്റിമസി റേറ്റ് കൂട്ടാനുമാണ് ഒരു കൗൺസിലർ സാധാരണ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലൂടെയും ഈ ഒരു കാണുന്നതിലൂടെയും അവരുടെ ഷെയറിങ്ങിലൂടെയും അല്ലെങ്കിൽ എക്സസൈസിലൂടെയും ഒക്കെ ശ്രമിക്കേണ്ടത് rebalance relationship skews and redefine the illness as our problem അപ്പൊ ഇതിലൂടെ കണ്ടെത്തേണ്ടത് ഇതിലെ നമ്മുടെ ഇവരുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് അതുകൊണ്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അത് ഈ ഒരു ഇൽനെസിന്റെ ഭാഗമാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ വഴക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേ മിണ്ടാതായി പോയതൊക്കെ ഇൽനെസിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി ഒരു റീബാലൻസിങ് റിലേഷൻഷിപ്പ് കൊണ്ടുവരാനായിട്ട് പര പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കോപ്പിംഗ് സ്കില്ല് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനി families coping with childhood chronic illness നമ്മളൊരു കൊച്ചിൻ കൊച്ചാണ് വീട്ടിൽ അസുഖം ഫാമിലിയാണ് കോപ്പ് ചെയ്യാൻ പഠിപ്പിക്കുന്നതെങ്കിൽ work with issues of denial and unresolved grief പലപ്പോഴും ഫാമിലി കാണിക്കുക ഒരു ഡിനായലാണ് അതിൽ നിന്നൊന്ന് എസ്കേപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഒരു ഡിനൈ നമുക്ക് അങ്ങനെ ഒരു വിഷമം നമ്മളെ ബാധിക്കാത്തത് പോലെ ഒരു എന്താ പറയാ ഒരു ഒരു ഓട്ടോമാറ്റിക് പാറ്റേൺ പോലെ ഒരു മിഷീൻ പോലെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര വിഷമാണ് ഒരു കുട്ടി ആ കൊച്ചിനെ കുറിച്ച് അവരോട് തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഫുള്ളി അത് പറഞ്ഞു മുഴിപ്പിക്കാൻ പറ്റാത്ത പോലെ അത്രമാത്രം ദുഃഖവും വിഷമൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരൊരു ഡിനായൽ ഇങ്ങനത്തെ ഒരു ലോകത്തെ അല്ല ഞങ്ങൾ ജീവിക്കുന്നത് പോലെ എന്നുള്ള ആ ജീവിത രീതിയെ ആ ഇഷ്യൂവിനെയാണ് പലപ്പോഴും നമ്മൾ റീകോൾ ചെയ്തും റിവീൽ ചെയ്യിപ്പിച്ചും കരഞ്ഞും പറഞ്ഞും അവരുടെ ദുഃഖത്തെ കുറേയും കൂടിയൊക്കെ പറയും കുറച്ച് ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒക്കെ അങ്ങോട്ട് ക്രിട്ടിസൈസ് ചെയ്തൊക്കെ സംസാരിക്കും that is as part of the human nature ഈ രീതിയിലൂടെ ആ സുഖത്തെ ആക്സെപ്റ്റ് ചെയ്യാനും കുട്ടിയുടെ രീതികളെ ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ പാരൻസിന് ഒരുക്കുകയാണ് ഈ ഒരു കോപ്പിംഗ് സ്കില്ലിലൂടെ ചെയ്യുക help the family help the family treat the child as a child and not an illness നമ്മളൊരു കൊച്ചിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു കുട്ടിക്ക് അസുഖം വന്നാൽ നമുക്കറിയാം അവര് ഓവർ കെയർ ആയിരിക്കും മിക്കതും ആ ഒരു ഫുള്ളി കമ്മിറ്റഡ് നമ്മുടെ ലൈഫും ടൈമും രാത്രി ഉറക്കവും എനിക്കറിയാം ഇപ്പോ ഇതൊരു കുട്ടി എന്നുള്ളതിനേക്കാളും ഒരു പതിനൊന്ന് പന്ത്രണ്ട് അല്ലെങ്കിൽ ഒരു പതിനാല് വയസ്സായ അല്ലെങ്കിൽ ഒരു പതിനഞ്ചാ തോന്നുന്നു അവന് ആയിട്ടുള്ള ഒരു കൊച്ചിന് ഇപ്പൊ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നൊന്ന് പറഞ്ഞോണ്ട് എൻ്റെ ഫോണിൽ ഒരു വോയിസ് മെസ്സേജ് ആണ് ആ വോയിസ് മെസ്സേജ് ആ അമ്മയുടെ ടെൻഷനാണെന്ന് നമുക്ക് മനസ്സിലാവും സിസ്റ്ററെ അവൻ രാത്രി ഒരു മണിക്ക് എഴുന്നേറ്റു ഇത് മാറില്ലേ ഇനി അവൻ തിരിഞ്ഞു മറിഞ്ഞും കിടക്കാണ് സിസ്റ്ററെ അവൻ എന്നോട് പറയാത്തതാണോ ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത് ഇറിറ്റേഷൻ അല്ല സത്യത്തില് ഒരമ്മ ആ കുട്ടിക്ക് വേണ്ടി രാപ്പകൽ ഒരു കുട്ടിയെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒബ്സർവ് ചെയ്യുമ്പോൾ അത് കുട്ടി എന്നുള്ളതല്ല ഇത്രയും നാൾ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നില്ല കുട്ടിക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒന്ന് അടിച്ചു ഇനി അത് തന്നെ ഒരു ട്യൂമർ ട്യൂമറായി കുട്ടി ഇതാക്കുമ്പോൾ കുട്ടി ഉറക്കത്തിൽ കണ്ണീന്ന് വെള്ളം വരണു അപ്പൊ അതിനർത്ഥം അമ്മ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അപ്പൻ ഉറങ്ങുന്നില്ല എന്ന് പറയുന്ന രീതിയാണ് ഇനി ആ കുട്ടിക്ക് ട്യൂമർ ആണ് എന്നറിയുന്ന നിമിഷത്തില് ഭയങ്കരമായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ കുറ്റബോധം കാരണം ഇതറിയാതെ ഞാൻ കുട്ടിയെ കുറെ തല്ലി അല്ലെങ്കിൽ അറിയാതെ ഞാൻ കുറെ വഴക്ക് പറഞ്ഞു എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ചില രീതികൾ ഇത് കുട്ടിയുടെ ഇൽനെസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചേഞ്ചാണ് അപ്പൊ നമ്മൾ എപ്പോഴും ഇതൊരു കുട്ടിയാണ് ഇതൊരു അസുഖമായി അസുഖമായത് നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല അപ്പൊ ആ ഒരു ഇൽനെസ് അല്ല കുട്ടിയെയാണ് നമ്മൾ ആക്കേണ്ടത് എന്നതിനനുസരിച്ച് ആ ഒരു ഫാമിലിക്ക് ഹെൽപ്പ് കൊടുത്ത് നമ്മൾ എന്തൊരു പോസിറ്റീവ് സപ്പോർട്ട് കൊടുത്ത് ആ ചൈൽഡിനെ ആക്സെപ്റ്റ് ചെയ്യാനും ചൈ കുറെയൊക്കെ അവര് തന്നെ അവരാൽ തന്നെ എത്ര നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാലും അപ്പൊ ഞാനൊക്കെ ഓർക്കും ഞാനിപ്പോ ഈ പാതിരാത്രിയൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ പറയണ കുട്ടികളുടെ പാരന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വോയിസ് മെസ്സേജസ് വരാം സിസ്റ്റർ ഉറങ്ങാന്ന് അറിയാം എങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റാത്തത് കൊണ്ടാട്ടോ ഞാൻ വിടുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് അത് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ പറയും അതൊരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു വാക്കായിരിക്കാം അത്രയും നമുക്ക് ആവശ്യം പക്ഷെ ആ കുട്ടിക്ക് കുഴപ്പമുണ്ട് എന്നുള്ളതും ഇതൊരു ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നുള്ളതും കുട്ടി അധികം നാൾ ഉണ്ടാകില്ല എന്നുള്ളതൊക്കെ നമുക്ക് വശമുണ്ടെങ്കിലും ആ ഫാമിലിക്ക് വേണ്ട ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ആ ടൈമിൽ ഹെൽപ്പാണ് അത് ഇൽനെസ് എന്ന് പറയുന്നതിനേക്ക് കൂടുതൽ ശ്രദ്ധ വരുമ്പോൾ കുട്ടി എന്ന് പറയുന്നതല്ല അല്ലെങ്കിൽ അവന്റെ ഏജ് അല്ല പ്രശ്നം വരുന്നത് അസുഖമാണ് പ്രശ്നം വരുന്നത് അപ്പൊ ആ ഒരു അസുഖത്തിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത് അവന് കുറച്ച് സന്തോഷം കൊടുത്തു നോക്കി അവനിപ്പോ വേണ്ടത് ഇതാണ് അവനെ കുറച്ചും കൂടി എക്സ്ട്രാ കരിക്കുലറിലേക്ക് നോക്കി നോക്കി അവനെ എഴുതാൻ നോക്കി നോക്കി അത് പറയുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ആ അമ്മ ചിലപ്പോഴൊക്കെ അവന് പാട്ട് ഇഷ്ടാ സിസ്റ്റം എന്നാ അവൻ പാട്ടിന് പോട്ടെ അല്ലേ കുഴപ്പമുണ്ടാവോ ഒരു കുഴപ്പമുണ്ടാവില്ല അവൻ പാട്ട് കേട്ടോ അവൻ പാടുമ്പോൾ അവന് ഇൻട്രസ്റ്റ് ആവും പക്ഷെ അവൻ പാടി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ പറയും ശ്രദ്ധിക്കണം കുറെ പാടി കഴിയുമ്പോൾ അവൻ തളരും അതുകൊണ്ട് അധികം നേരം ഇരുത്തരുത് കേട്ടോ അപ്പൊ അതൊരു ഡൈവേർഷനാണ് ആക്ച്വലി അവര് ശ്രദ്ധിക്കുന്ന ഇൽനെസ്സിനപ്പുറത്ത് ഈ കുട്ടിക്ക് ടൈമിൽ കുറച്ചു നാളേ ഉള്ളൂ എങ്കില് ആ കുറച്ചു നാൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാൻ പാകത്തിലേക്ക് പേരൻസിനെയും ഫാമിലിയെയും ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് കോപ്പിംഗ് കാരണം പല രീതിയിൽ കൂടെ നമുക്ക് കോപ്പിംഗ് പഠിപ്പിക്കാം help families negotiate with schools പലപ്പോഴും കുട്ടികൾക്ക് മിസ്സാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്കൂൾ ലൈഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ കൂടെ പഠിക്കുന്ന പിയേഴ്സ് കുട്ടികൾ അവരുടെയൊക്കെ ഉള്ളൊരു പ്രസൻസ് ആണ് അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയും ഇൻഫെക്ഷൻസ് കിട്ടും അതുകൊണ്ട് പോകാൻ പാടില്ല പഠിച്ച ഓവർ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് തലയ്ക്ക് ബുദ്ധിമുട്ടാണ് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റില്ല ഫിസിക്കലി ഫിറ്റ് അല്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ചില നെഗോസിയേഷൻസ് ചില ടൈമിലി ഹാപ്പിനെസ്സിന് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയുടെ ഒരു കോപ്പിങ്ങിന് ചിലപ്പോഴൊക്കെ സഹായകം ആണ് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഓക്കെ ഇതിലത്തെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് interventions to deal with unhealthy family patterns ഇപ്പൊ നമുക്കൊരു കുട്ടിക്ക് അസുഖം വന്നു അപ്പോ അതിൽ ചിലപ്പോ നമുക്ക് അനാവശ്യമായ പാറ്റേൺ ഫോമിംഗ് ഉണ്ട് കുട്ടിയുടെ കൂടെ മറ്റു മൂന്ന് രണ്ട് മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെങ്ങനെങ്കിലും ആയിക്കോട്ടെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടിയുടെ കൂടി ഇരിക്കുന്നു കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ അങ്ങനെ പക്ഷെ മറ്റേ കുട്ടികളുടെ പഠന രീതികൾ പഠിക്കുന്ന ശൈലികൾ തല്ലുകൂട്ടങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനത്തിനും ആ ആ പാരൻസിന് ശ്രദ്ധ ചിലപ്പോ കുറയാം ഇങ്ങനെ വരുന്നത് അതുകൊണ്ടാണ് അൺഹെൽത്തി ഫാമിലി പാറ്റേൺ ഫോം ചെയ്യാം അപ്പൊ നമുക്ക് ചില ഇന്റർവെൻഷൻസ് രീതികൾ നമ്മൾ ആ ഫാമിലിയെ ട്രെയിൻ ചെയ്യും ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറയും ഇത്ര ടൈം നമ്മൾ അവിടെ കൊടുക്കുമ്പോൾ അതിന്റെ ഇത്രയും റേഷ്യോ ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കണം ഇനി അതല്ലെങ്കിൽ ഈ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാനുള്ള വേറെ മാനങ്ങൾ എന്താണ് ഇനി ഫാമിലിയിൽ ഈ കുട്ടിയെ പ്രതി ഭയങ്കര പ്രശ്നങ്ങൾ ചോദ്യങ്ങൾ ഫൈനാൻഷ്യലി ഭയങ്കര തല്ലുകൂട്ടങ്ങൾ തമ്മിൽ തമ്മിൽ ആർഗ്യുമെന്റ്സുകൾ കുട്ടിയുടെ മുൻപിൽ നിന്ന് ചിലപ്പോഴൊക്കെ കരച്ചിലുകൾ ഇതെല്ലാം അൺഹെൽത്തി പാറ്റേൺ ആണ് അപ്പൊ നമ്മൾ ആ ഒരു ഫാമിലിയിൽ കുറച്ചും കൂടിയും ഒരു balanced pattern of communication develop ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ പറയും ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ പാടുള്ളൂ ദുഃഖങ്ങൾ വരാണ് വിഷമങ്ങൾ വരാണ് നിങ്ങൾ ഇങ്ങനെ എഴുതി തീർക്കണം ഇങ്ങനെ എഴുതി പറയണം അല്ലാതെ ഉറക്കെ പറയരുത് ഇങ്ങനെ പറയുന്ന ഇന്റർവെൻഷൻസ് നമ്മൾ ചിലതെല്ലാം പഠിപ്പിക്കുക എന്ന് പറയുന്ന പാറ്റേണും ഫാമിലി റിലേറ്റഡ് വിത്ത് ചിൽഡ്രൻ ആയിട്ടുള്ള ഇൽനെസ്സിൽ വരുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ അടുത്ത ഒരു ടോപ്പിക് ഓക്കെ അടുത്തൊരു ടോപ്പിക് ആണ് families coping with parental chronic illness പാരൻസിന് അസുഖം വന്നു അങ്ങനെയെങ്കില് വ്യത്യാസങ്ങളുണ്ട് നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ എന്താണ് കാരണം കപ്പിളിന് വന്നാൽ വരുന്നതാണ് റിലേഷൻഷിപ്പ് ഗ്യാപ്പ് കുട്ടികൾക്ക് വന്നാൽ വരുന്നതാണ് എക്സ്ട്രീം ഗ്രീഫ് ഇനി മാതാപിതാക്കൾക്ക് അസുഖം വന്നു എങ്കിലേ പാർട്ട്ണറിന് വരുന്നത് വ്യത്യാസമുണ്ട് കുട്ടികൾക്ക് വരുന്നത് വ്യത്യാസമുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് കുട്ടികളെയാണ് കുട്ടികളും പാരൻസും തമ്മിലുള്ള ബന്ധത്തെയാണ് എപ്രകാരമായിരിക്കാം ഇത് കുട്ടി അല്ലെങ്കിൽ പാരന്റ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ ഓർ റിലേഷൻഷിപ്പിനെ എപ്രകാരമായിരിക്കാം ബാധിക്കുന്നത് പൊതുവെ കുട്ടികളെ എപ്രകാരമായിരിക്കാം പാരൻസിന് അസുഖം വന്നാൽ ബാധിക്കുന്നത് കുട്ടികളുടെ ആ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് താഴോട്ട് പോയില്ല സാമ്പത്തികമായിട്ട് എല്ലാരെയും ബാധിക്കും അപ്പൊ കുട്ടികളുടെ പഠിത്തത്തെയൊക്കെ ബാധിക്കും അച്ഛന് അച്ഛനോ അമ്മയ്ക്കോ ജോലിക്ക് പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ അവർക്ക് ബുദ്ധിമുട്ടാവും ചിലപ്പോ അവർ കൂടുതൽ റെസ്പോൺസിബിലിറ്റി കുട്ടിയുടെ എഡ്യൂക്കേഷനെ അത് ബാധിക്കും അത് വളരെ ഒരു ഔട്ടർ ആസ്പെക്ട് ആണ് കുട്ടിയെ സംബന്ധിച്ച് അതിലും വലുതാണ് പാരന്റിന് അസുഖം വന്നാൽ വരിക തീർച്ചയായിട്ടും അത് എഡ്യൂക്കേഷനെ ബാധിക്കും പക്ഷെ വേറൊരു പാരന്റ് അവിടെ നിലനിൽക്കെ അതെങ്ങനെയെങ്കിലുമൊക്കെ നോക്കാം ഇനി അതല്ലെങ്കിൽ അതിനൊരു വ്യത്യാസം വരാം തീർച്ചയായിട്ടും വരാം അതൊരു ഇഷ്യൂ തന്നെയാണ് പക്ഷെ അതിലും വലിയ ഇഷ്യൂ ആണ് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ വരാൻ സാധ്യതയുള്ളത് ഇമോഷണലി അവരെ ബാധിക്കും ഇമോഷണലി ബാധിക്കും ഒരു കുട്ടിയെ അവർക്ക് അവരുടെ കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആവാനും അല്ലെങ്കിൽ എന്നെ നോക്കുന്ന മറ്റുള്ള കുട്ടികളെ നോക്കുന്ന പോലെ എന്നെ നോക്കാനായിട്ട് അച്ഛനാണോ അമ്മയാണോ അതിലാരായാലും അവരെ അവരുടെ ഒരു മിസ്സിങ് മിസ്സിങ് പാർട്ട് ഉണ്ടാവും സോ അത് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും അവരുടെ ക്ലാസ്സിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയാലും മറ്റുള്ളവരായിട്ടുള്ള ആയാലും അവർക്ക് മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുന്ന പോലെയുള്ള കെയർ കിട്ടാനായി കുറവുള്ളത് കൊണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ ഫാമിലിയിൽ തന്നെ ഒരു ഒരു പേടി ഉണ്ടാവും എപ്പോഴും അവരുടെ പേരന്റിന് ഒരു ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു അൺഹെൽത്തി സിറ്റുവേഷൻ ആണ് അത് കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളതാണെന്നും കൂടി കുട്ടികൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ എല്ലാ സമയത്തും അവരുടെ മനസ്സ് എപ്പോഴും ഡിസ്ട്രസ് ആയിരിക്കും ഒരു ഫാമിലിയിൽ അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നമ്മുടെ പേരൻസിന് അത് വിഷമാവോ അത്തരത്തിൽ അവരോട് തുറന്ന് സംസാരിക്കാൻ പോലുള്ള പേടി ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവും സംസാരിക്കണമെന്നുണ്ടാവും പക്ഷെ ചോദിക്കാനും പറയാനും എന്നുള്ള ഒരു ഒരു ധൈര്യം ചിലപ്പോൾ ഒരു പക്ഷെ ഉണ്ടായിരുന്നു വരില്ല അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഇപ്പൊ ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെക്കാളും കൂടുതൽ ആങ്സൈറ്റിയോട് കൂടി സൊസൈറ്റി ചിലപ്പോൾ അവരെ ക്വസ്റ്റിൻ ചെയ്യും അപ്പൊ അതിന് ഫേസ് ചെയ്യാൻ കുട്ടികൾക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും പ്രയാസം ഉണ്ടാവും ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും പാരൻസ് അതായത് ഒരു age fifteen ten to fifteen ഏജിന്റെ നമ്മളിപ്പോ എനിക്കിപ്പോ വയസ്സ് പത്ത് പതിനഞ്ച് <clears throat> ഇതിന്റെ ഉള്ളിലായിരുന്നപ്പോ പാരൻസ് മരിച്ചു പോവുകയോ കുറച്ച് ലെങ്തി ആയിട്ട് ക്രോണിക് ഇൽനെസ്സിൽ ഒരു അഞ്ചാറ് മാസം കിടക്കുകയോ അല്ലെങ്കിൽ വയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള പാരൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഞാൻ അങ്ങനെ ഒരാളാണ് എന്റെ അമ്മ എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോ അമ്മ മരിക്കും മരിച്ചതാണ് അപ്പോ ക്യാൻസർ ആയിരുന്നു അപ്പൊ കുറച്ചു കാലം ഒന്ന് രണ്ട് വർഷത്തോളം ട്രീറ്റ്മെന്റ് ആയിരുന്നു അപ്പോ നമുക്ക് ഒന്നാമത് കുട്ടിയാണ് മാത്രല്ല മറ്റുള്ളവരെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മുടെ ഫാമിലിയിലുള്ളതിനേക്കാളും കൂടുതൽ പ്രശ്നം മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നതും എന്നാൽ അതിന് നമുക്ക് ശരിക്കും ആൻസർ ചെയ്യാൻ പറ്റാതെ വരുന്നതും അങ്ങനെയുള്ള ഒരു പ്രശ്നം പിന്നെ ഫാമിലിയിൽ നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള എഡ്യൂക്കേഷൻ പ്രോബ്ലംസ് അതിന്റെ സമയത്ത് നമുക്ക് സമയത്തിന് സ്കൂളിൽ പോകാൻ പറ്റാതിരിക്കുക നമുക്ക് വേണ്ട കെയർ തരാൻ അമ്മയായിരുന്നു കൊണ്ടുകൂടി പ്രത്യേകിച്ച് അതിന്റെ ബുദ്ധിമുട്ടുകൾ അത് അപ്പം തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓരോ പ്രശ്നങ്ങൾ അതൊക്കെ സ്വാഭാവികമായിട്ടും അപ്പൊ ഒരാ ഒരാളുടെ അതെനിക്ക് തോന്നിയത് ഒരാൾ ഒരു പേരന്റ് ഇല്ലാണ്ട് വരുമ്പോൾ മറ്റൊരാൾക്ക് കൂടുതൽ വയ്യാണ്ടാവുമ്പോൾ തന്നെ വയ്യാണ്ടാവുമ്പോഴാണ് കൂടുതൽ പ്രശ്നം മറ്റേ പേരന്റിനെ അത് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മക്കളുടെ മുമ്പിൽ പോലും അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ അങ്ങനെ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഓക്കെ അമ്മയല്ലേ മരിച്ചത് പതിമൂന്ന് വയസ്സിൽ അമ്മയാണ് മരിച്ചത് ഇപ്പൊ ഏജ് എത്രയായി ഇപ്പൊ എനിക്ക് ഇരുപത്തെട്ട് വയസ്സായി ഇരുപത്തെട്ട് വയസ്സായി മാരി കല്യാണം കഴിഞ്ഞോ ആ യെസ് കല്യാണം കഴിഞ്ഞു ഈ ഒരു പതിമൂന്ന് വയസ്സിന് ശേഷം വീട്ടിൽ എത്ര മക്കളുണ്ട് ഞങ്ങള് രണ്ടുപേരാണ് മോളെത്രാമത്തെയാ രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തെ ഓക്കെ ഇതില് മറ്റുള്ളവരുടെ ഇപ്പൊ മരിച്ചു മരിച്ച് ക്യാൻസർ ആയിട്ടായിരുന്നു നമുക്കറിയായിരുന്നു ഒരു ഏകദേശം സ്റ്റേജ് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഞാനത് പറഞ്ഞല്ലോ നമുക്കൊരു ടെർമിനൽ സ്റ്റേജിലാണെന്ന് അറിയാം എങ്കിലും മരിക്കുന്നു മരിക്കുമ്പോൾ ഭയങ്കര പെയിൻ ആണ് മറ്റേ പാരന്റ് അതിന്റെ ഓവർ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നു അവരുടെ മുഖം മാറുന്നത് പോലും നമുക്ക് മനസ്സിലാകുന്നു ഇതിന് ശേഷം കിട്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് മരണശേഷം പിന്നീടുള്ള വർഷങ്ങളിൽ പിന്നീട് ഫാം നമ്മുടെ ഫാമിലിയിൽ ഇപ്പോഴും ആ ഒരു ഒരാളുടെ കുറവ് എപ്പോഴും ഉണ്ടാവും തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ് അത് നമ്മൾ അത് ഓരോരോ പ്രശ്നങ്ങളിൽ നമ്മൾ അത് ഫേസ് ചെയ്യേണ്ടി വരും പിന്നെ സൊസൈറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു അപ്പോൾ അമ്മേനെ എല്ലാവരും അറിയണോണ്ട് തന്നെ നമ്മളുടെ അടുത്ത് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു തരം സിമ്പതി നമ്മൾ അത് ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ പോലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും അപ്പോൾ എത്രയായാലും ആ ഒരു എപ്പോഴും ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അങ്ങനെ ഒരു പിന്നെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ആയി സെറ്റ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മുടെ സ്റ്റാറ്റസ് എല്ലാം വെൽ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല അതെ ഒരു അമ്മയില്ലാത്ത കൊച്ച് എന്ന് പറയുന്ന ഒരു സിമ്പതി അതിലെ ഇൻവോൾവ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നില്ലേ പറഞ്ഞു തരാൻ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ അധികം ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ എന്റെയൊക്കെ വീട് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് എല്ലാവരും അത്രയും എല്ലാവരും ബിസിയാണ് എല്ലാവരും ജോലിക്കാർ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെ കൂടുതൽ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു അത് <laughs> ഒരു അഭാവം വരുമ്പോ വേറൊരു രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ വരും ഉണ്ട് ഇതില് സിമ്പതി എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടായത് ഒരു അമ്മയില്ലാത്ത കുട്ടി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചു കാലം വരെ നമുക്ക് എപ്പോഴും അതിന്റെ ഒരു വറി ഉണ്ടാവും എത്രയിലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് നമ്മൾ ഫേസ് ചെയ്ത ആ ഒരു ട്രബിൾ ഉണ്ടല്ലോ കുറച്ച് സമയം അമ്മയ്ക്ക് വയ്യാണ്ടിരുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകള് അതിനുശേഷം അമ്മ മരിച്ചപ്പോഴും ഉണ്ടായ വിഷമം അതൊക്കെ നമ്മൾ നമ്മളൊരു പക്ഷെ മറന്നു മറന്നു വിട്ടുപോകും പക്ഷെ ബാക്കിയുള്ളവരാണ് <laughs> മറക്കാത്തത് അപ്പൊ ആ ക്വസ്റ്റ്യനുകൾ വീണ്ടും വരുമ്പോ നമുക്കത് ചിലപ്പോ ഒരു വിഷമം അത്രേ ഉള്ളൂ അമ്മയുടെ പേര് പറഞ്ഞ് ഇപ്പോഴും ഞാൻ ഓർക്കണത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെ അമ്മ ടീച്ചറായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അത്രയും കൂടുതലും ഓർമ്മ okay it's a live session thank you ma'am നമ്മൾ ഇതിൽ നോക്കുമ്പോഴേ ഇതാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ സംഗതി ഇതില് ആൾ ഉപയോഗിച്ച വേർഡാണ് സിമ്പതി അതുകൊണ്ട് തന്നെ അത് ഞാൻ അത് അതേ രീതിയിൽ തന്നെ തിരിച്ചു ചോദിക്കുന്നു എന്ന് മാത്രം നമുക്കിത് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണുക families coping with parental chronic illness ഇങ്ങനെ ഒരു ഭയങ്കര ഗൗരവമായ അസുഖമുള്ള ഒരു അപ്പൻ അല്ലെങ്കിൽ ഒരു അമ്മ ആയിട്ടുള്ള ഒരു ഫാമിലി ആ ഫാമിലി എങ്ങനെയാണ് അതിനോട് കോപ്പ് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു ആ ഒരു ഫാമിലി അല്ലെങ്കിൽ ആ ഒരു കൊച്ചിന്റെ അവസ്ഥ എന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഫെസിലിറ്റേറ്റ് പാരന്റ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പറയുമ്പോൾ അതിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓരോ കുട്ടിക്കും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് ഈ പറയുന്ന രീതികൾ അതാണ് യുണീക്ക് എന്ന് പറയുന്നത് ഇതില് പുറത്തു നിന്ന് കാണുന്ന ഒരാൾക്കുള്ള കാഴ്ചപ്പാടല്ല അതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഇനി ആ വ്യക്തി കടന്നു പോകുന്ന വ്യക്തിക്ക് അതിന്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ അനുസരിച്ച് ഡെപ്ത് അനുസരിച്ച് ഒക്കെ ഇതിനോടുള്ള മനോഭാവങ്ങളില് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചത് ഇത് തന്നെ ഒരു എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിയോട് ചോദിച്ചാൽ ഇത്തരം ഒരു റെസ്പോൺസ് അല്ല ഇവൻ അമ്മ മരിക്കുകയോ അപ്പ മരിക്കുകയോ ചെയ്തു അസുഖമായിരുന്നു കുറച്ചു നാൾ കിടന്നു വയ്യാണ്ടായി ഒരാൾ പോയി എങ്കിൽ ഉണ്ടാകുന്ന സ്റ്റേജിനനുസരിച്ച് നമ്മൾ അത് എടുക്കുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ട് അത് പിന്നീടുള്ള ലൈഫിനെ പിന്നീടുള്ള കോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ പിന്നീടുള്ള നമ്മുടെ ലൈഫിനെ ആ ഫാമിലി സിസ്റ്റത്തിനെ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകമാണ് അപ്പൊ നമ്മൾ സിംപ്ലി ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരാളെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഗ്രീഫിൽ ഇരിക്കുന്ന ഒരാളെ ഹെൽപ്പ് ചെയ്യണം അതല്ലെങ്കിൽ ഒരു പാരന്റിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഇരിക്കുന്ന ഒരു കൊച്ചിനെ സഹായിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ രീതി അല്ല എല്ലാവർക്കും ഒരേ രീതിയല്ല മാം പറഞ്ഞതുപോലെ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും മാം പറഞ്ഞു സിമ്പതി ഇവൻ എന്നോട് ഞാനൊരു വീട്ടിൽ പോയാലും ഇപ്പൊ ഇവൻ മരിച്ച ഏത് വീട്ടിൽ ചെന്നാലും നമ്മൾ പെട്ടെന്ന് ഒരു ഡെത്ത് നിങ്ങൾ നേരത്തെ കണ്ടു ടൈമിലി അല്ലാത്ത ഒരു ഡെത്ത് പെട്ടെന്ന് വരുന്ന ഡെത്ത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏതൊരു ഫാമിലിക്കും അങ്ങനത്തെ ഡെത്ത് കിട്ടി ഞാനൊരു റിലീജിയസ് ആണ് ഒരു ഫാമിലിയിൽ ചെന്നാൽ പെട്ടെന്ന് ഞാൻ എംബാരസ്ഡ് ആവും കാരണം ആ ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെയാണ് കൺസോൾ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം എന്താന്ന് വെച്ചാല് എൻ്റെ അപ്പച്ചൻ മരിക്കുന്നത് ഒരു പതിനാല് വയസ്സിലാണ് ആ മരണം ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവൻ വയ്യാതെ ക്രോണിക്കലി ഇൽനെസ് ആയിട്ട് കിടന്ന് അങ്ങനെ മരിക്കുമ്പോഴും മരണം ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ആ സമയത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് ദൈവം എടുത്തതാണ് നല്ല നേരമാണ് നല്ലൊരു മോനാണ് ദൈവം ഇത്രയല്ലേ ഉണ്ടായുള്ളൂ അത്രയും നാൾ അസുഖമായിട്ട് കിടന്നില്ലല്ലോ ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഇറിറ്റേഷനാണ് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ വീട്ടിൽ ഏത് വീട്ടിൽ മരിച്ചിട്ട് ചെന്നു എന്ന് പറഞ്ഞാലും മരണം കാണുമ്പോൾ നല്ല വിഷമായില്ലേ എന്ന് തന്നെയേ ചോദിക്കുള്ളൂ കാരണം എൻ്റെ മേത്ത് തൊട്ടിട്ട് മോളെ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് കേൾക്കുന്നത് തന്നെ നേരത്തെ മാം പറഞ്ഞു സിമ്പതി കേൾക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ ആണ് എന്ന് പറയുന്നത് പോലെ കോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന നല്ല വാക്കുകൾ മരണത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ എനിക്ക് വരുന്നത് ദേഷ്യമാണ് അപ്പൊ ഞാൻ പറയും എനിക്ക് ആ മനുഷ്യരോട് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല കാരണം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതാണ് ഞാൻ കോപ്പി ചെയ്ത രീതിയെങ്കിൽ പിന്നീട് അതിന് പറ്റുന്ന ഇന്റർപ്രിട്ടേഷൻ ഞാൻ ഇടുന്നത് ഞാൻ എത്ര വലുതായി കഴിഞ്ഞിട്ടും ഒരു മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് അവർ ഭയങ്കരമായിട്ട് കരയുമ്പോൾ ഞാൻ പറയുന്ന ഒരു രീതി കരയട്ടെ ആ കരഞ്ഞു കഴിയുമ്പോൾ സംഗതി ഇതൊക്കെ അത് കാരണം അതൊരു വിഷമമുള്ള വേദനിക്കുന്ന വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് കാരണം ഞാൻ കോപ്പി ചെയ്തത് ഇതുപോലെയാണ് കാര്യം ക്ലിയർ ആയെന്ന് തോന്നുന്നു ഇത് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് കോപ്പിംഗ് സ്കില്ല് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈവൻ നമ്മൾ പറയും ഗ്രീഫുകാർക്ക് എല്ലാവർക്കും നമുക്ക് ഗ്രീഫ് തെറപ്പി ഉണ്ട് ആ ഗ്രീഫ് തെറപ്പിക്ക് തന്നെ ഇൻഡിവിജ്വൽ നോമാണ് ഓരോരുത്തരും അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആർഗ്യൂ ചെയ്യുന്നത് ഡിനൈ ചെയ്യുന്നത് അതിലൂടെ കയറി പോരുന്നത് വ്യത്യസ്തമായ ലെവലിലാണ് അവരവരുടേതായ നോം വെച്ചിട്ടാണ് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് ഗ്രീഫ് തെറപ്പി സക്സസ്ഫുൾ ആകോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആണ് പക്ഷെ ഗ്രൂപ്പിലാണെങ്കിലും ഇൻഡിവിജ്വൽ ആണ് സെഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത് മാഡം പറഞ്ഞത് ഈ മരിച്ച് ഒരു ഗ്രീഫ് അനുഭവിക്കുന്ന ഒരാള് അവിടെ ചെന്നിട്ട് സാരമില്ല ഇറിറ്റേറ്റിംഗ് ആയിരിക്കും കാരണം നമ്മൾ ഇത് ഇതിലെ കാരണം നമ്മൾ അവരുടെ ദുഃഖത്തെ അംഗീ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് ദുഃഖം ഉണ്ടെന്നുള്ളത് അംഗീകരിക്കുക അവരുടെ അവസ്ഥയെ അംഗീകരിക്കുക എന്നുള്ളതല്ലേ അപ്പൊ പിന്നെ മാത്രമല്ല ചിലര് ഈ സിമ്പതി കാണിക്കുമ്പം നമ്മള് ഒക്കെ സിമ്പതി ആ കഷ്ടത്തിലായിരിക്കുന്ന ആള് ഒരു മോശമായ അവസ്ഥയിലാണല്ലോ എന്നുള്ളൊരു സിമ്പതി അല്ലല്ലേ എമ്പതി അല്ലേ വേണ്ടത് തീർച്ചയായിട്ടും വേണ്ടത് അതൊക്കെയാണ് പക്ഷെ ഒരു എക്സ്റ്റേണൽ നേരത്തെ മാം പറഞ്ഞതുപോലെ സൊസൈറ്റി നമ്മെ നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടുകൾ നമ്മളിപ്പോ നമ്മളിപ്പോ കൗൺസിലേഴ്സ് ആണ് നമ്മളിപ്പോ കൗൺസിലേഴ്സ് ആണ് നമ്മളിപ്പോ ഈ ഒരു അവസ്ഥ ഇപ്പൊ ഒരു ക്രോണിക് ഇൽനെസ് ഉള്ള ഒരു പേഷ്യന്റിന്റെ ഫാമിലി എന്ന് പറയുന്നത് അവരുടെ അവസ്ഥ വളരെ വ്യത്യസ്തപ്പെട്ടതാണ് ആ അവസ്ഥയിലേക്ക് ഇറങ്ങി അവരെ അസസ് ചെയ്ത് അവരുടെ ഒരു അവരുടെ ഒരു റിയൽ പൾസിൽ നിന്നിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്താലേ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്താലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവെൻഷൻസ് ഇട്ടാലേ അല്ലെങ്കിൽ അവരെ കോപ്പിംഗ് പഠിപ്പിച്ചാലേ അതിനൊരു വിലയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ ചില കോപ്പിംഗ് എബിലിറ്റി അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക കാരണം അതൊരു പോസിറ്റിവിറ്റി ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഹൈലി ഇറിറ്റബിലിറ്റി ആൻഡ് നെഗറ്റിവിറ്റി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യാം ദിസ് ഈസ് മൈ ഇന്റൻഷൻ ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സംഗതി പിന്നെ പല ഈ ബിറീവ്മെന്റിലൊക്കെ പോയിട്ട് ഏറ്റവും നല്ല സൈലൻസ് അല്ലേ നമ്മൾ അവിടെ അവരുടെ അടുത്ത് പോയി ഇരിക്കുക എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും നല്ലത് ഒരുപാട് സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത് മാം ഇറ്റ്സ് ഡിപ്പെൻസ് കാരണം അതാ ഞാൻ പറഞ്ഞത് ഞാനാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും നല്ലത് പക്ഷെ വേറൊരാള് ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഷോൾഡറിലൊന്ന് മുറുക്കി പിടിക്കുക ആരെങ്കിലും എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുക അതല്ലെങ്കിൽ ഒന്ന് എന്നോട് കൂടി ഒന്ന് കരയുക ഇങ്ങനെ പല പലരും പല രീതിയാണ് ഇതില് ആ ആളുടെ രീതിയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴാണ് ബിറീവ്മെന്റിൽ നമുക്കൊരു ഹെൽപ്ഫുൾ സോഴ്സ് ആകാനായിട്ട് പറ്റുള്ളൂ കാര്യം ക്ലിയർ ആണെന്ന് തോന്നുന്നു അത് സിസ്റ്റർ ഞാൻ കാര്യമാണ് ഇതിലെ ഏതാ അതാ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വളരെ ക്ലിയർ ആക്കുന്നത് നിങ്ങൾ interventions to deal with the unhealthy family pattern അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് ഇംപ്ലിമെന്റേഷൻ ഫെസിലിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ സാധാരണ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് അതിനൊക്കെ കോമൺ പാറ്റേൺ ആണ് ഇതൊക്കെ ഇത്തിരി ഡെലിക്കസി മാറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിലെ ചിലവരുടെ രീതികൾ ഒരു ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരാളെ കൺസോൾ ചെയ്യാൻ ആളെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ആയിട്ടില്ലെങ്കിൽ അതൊരിക്കലും അതിൽ നിന്നൊരു കം ഔട്ട് ആവില്ല അപ്പൊ ആ ഒരു സാധനം ആദ്യം അസസ് ചെയ്തിട്ട് വേണം ആളായിട്ട് കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ച് അല്ലെങ്കിൽ ആളെ ഒന്ന് ശരിക്കും ഒബ്സർവ് ചെയ്ത് ആളുടെ അടുത്ത് കുറച്ചു നേരം ഇരുന്ന് ആ ഒരു അസസ്മെന്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇംപ്ലിമെന്റേഷൻസും ഫെസിലിറ്റേഷൻസും ഒക്കെ അതിൻ്റെതായ രീതിയിൽ ഇപ്പൊ ഈവൻ പാരന്റ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി സ്മൂത്ത് ആക്കേണ്ടത് കോപ്പിങ്ങിലേക്ക് കൊണ്ടുവരേണ്ടത് കുറച്ചും കൂടി നല്ല രീതിയിൽ പോസിറ്റീവ് ആക്കേണ്ടത് എന്ന് ഓടി ചെന്നിട്ട് നമുക്ക് പറ്റുന്ന രീതി അവിടെ ഇംപ്ലിമെന്റ് ചെയ്താൽ ചിലപ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക ചിലപ്പോൾ നമുക്ക് നമ്മളോട് ചിലപ്പോൾ അവർക്ക് ഇറിറ്റേഷൻസ് വരും കാരണം ഈ ഒരു അവസ്ഥ അതിനാൽ തന്നെ കുറച്ച് വിഷമമുള്ളതാണ് അപ്പോൾ ആ അവരുടെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ആ ഒരു പാറ്റേൺ അനുസരിച്ച് കുറച്ച് കരയാൻ അനുവദിക്കും അല്ലെങ്കിൽ പറയാൻ അനുവദിക്കും ചിലർ പറയില്ല കുറേ നേരം സൈലന്റ് ആയിരിക്കും നമ്മളൊരു കൈ ഇങ്ങനെ ജസ്റ്റ് പിടിച്ചിരുന്നാൽ മതി ആ ഈ കുറച്ചു നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൈ പിടിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ണീന്ന് വെള്ളം വരണത് കാണാം ചില മനുഷ്യരുടെ അപ്പോൾ ഇനി ആ പിടിച്ചിരിക്കുന്ന രീതി അവർക്ക് കംഫർട്ടബിൾ ആയാലേ അങ്ങനെ ഒരു പാറ്റേൺ അവിടെ വർക്ക് ആവുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള ഫെസിലിറ്റേറ്റിംഗ് രീതികളിൽ ഏതാണ് ആപ്റ്റ് എന്ന് ഫുള്ളി അസസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ക്ലിയർ അല്ലേ യെസ് ഓക്കെ ഫാമിലി സിസ്റ്റർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ഓക്കെ സിസ്റ്റർ ഇങ്ങനെ ക്രോണിക് ഇൽനസ് ഉള്ള ഒരു ഒരു ഫാമിലിയില് ഇപ്പോ പാരന്റ്സ് ആയിക്കോട്ടെ കപ്പിൾസ് ആയിക്കോട്ടെ അവർ സ്വയമേ എടുത്തിരിക്കുന്ന ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കില്ലേ അതിനെ നമുക്ക് അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് നമ്മുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ അവരെ എങ്ങനെ അത് അവരുടേതായ ബെറ്റർ കോപ്പ്മെ കോപ്പിംഗ് സ്ട്രാറ്റജി ആയിരിക്കില്ലേ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ നമ്മൾ അതിനെ അസസ് ചെയ്യോ അനലൈസ് ചെയ്യോ ചെയ്യേണ്ടി വരോ ഏത് ക്രോണിക് ഇല്ലസ് ഉള്ള ഫാമിലി അത് കുട്ടിയാണെങ്കിലും അഡൾട്ട് ആണെങ്കിലും പാരന്റ് ആണെങ്കിലും കപ്പിൾ ആണെങ്കിലും ആരാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു അതാണ് നേരത്തെ പറഞ്ഞത് ഒരു ചേഞ്ച് ഓഫ് ലൈഫ് സ്റ്റൈൽ വന്നിട്ടുണ്ടാവും അത് ആദ്യം നമ്മൾ ഒബ്സർവ് ചെയ്യണം പണ്ടുണ്ടായിരുന്നതും ഇപ്പം ഉണ്ടായിരുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ഇതെന്ത് വ്യത്യാസമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇനി അതിൽ അവര് അവർ തന്നെ സംസാരത്തിൽ വരും ഞങ്ങൾ ചിരിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ശരിക്ക് ശ്വാസം ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ആ ഒരു ഒരു അവസ്ഥ വിശേഷം അവർ സംസാരത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റും അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ അവസ്ഥ മനസ്സിലാവും അപ്പൊ ഇതില് അവര് ആ അവസ്ഥ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അവസ്ഥ അങ്ങനെ പോകുന്ന അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല ഇതാണ് അതിന്റെ ഒരു അവസ്ഥ അവർ എപ്പോഴും ഫാമിലി കണക്ട് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണ് അപ്പൊ നമ്മളത് ഫുള്ളി നമ്മൾ മനസ്സിലാക്കുന്നു അവരെ സംസാരിപ്പിക്കുന്നു പറയിപ്പിക്കുന്നു അവരുടെ പാറ്റേണിൽ നമ്മൾ വ്യത്യാസം വരുത്തുന്നില്ല പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും ഒന്നൊരു നോർമൽ പാറ്റേണിലേക്ക് വരാൻ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇടപെടൽ കൊണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലാണ് നമ്മുടെ ഒരു ഇംപ്ലിമെന്റേഷനും അല്ലെങ്കിൽ ഈ ഫെസിലിറ്റേഷൻ്റെ ഒക്കെ ആവശ്യം വരുന്നത് അത് അവരോട് സംസാരിച്ച് അവരുടെ രീതിയിലേക്ക് വന്ന് ആ ഒരു രീതിയോട് ചേർന്നിട്ടാണ് നമ്മൾ ഈ ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഒരു കോപ്പിംഗ് സ്കിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അതിന് ശേഷമാണ് ഓടിച്ചെന്ന് പെട്ടെന്നൊന്നും അല്ല അത് ഒബ്സർവ് ചെയ്ത് വെരിഫൈ ചെയ്ത് മുന്നും പിന്നും തമ്മിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് അവര് ഇതിൽ കംഫർട്ടബിൾ ആണോ എന്നറിഞ്ഞ് ഇപ്പൊ പോകുന്ന പോക്ക് അവർ ഭയങ്കര ഡെപ്ത് സോറോയിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ദെൻ ഇറ്റ്സ് അവർ റോൾ ടു കം ഔട്ട് അവരതിൽ നിന്ന് കയറ്റി ഒരു നോർമൽ പാറ്റേണിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുക അതിന് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് സെഷൻസ് ഒക്കെ ചിലപ്പോൾ വേണ്ടി വരും അതാണ് അതിന്റെ ഒരു procedure families coping with parental chronic illness ഇവിടെയാണ് ഞാൻ പറഞ്ഞത് പാരന്റ്സിനാണ് അസുഖമെങ്കിൽ വരുന്ന ഒരു ഇത് ഞാൻ ക്രോണിക് ഇല്ലസിൽ തന്നെ ടെർമിനൽ സ്റ്റേജ് ഉണ്ട് കുട്ടികൾക്ക് ഫ്രീഡം കിട്ടണില്ല കളിക്കാൻ പറ്റണില്ല ഒരു വീട്ടിലൊരു മൂകത അല്ലെങ്കിൽ ആരും മിണ്ടണില്ല ഇതെല്ലാം കുട്ടികളുടെ ഫോർമേഷനെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് ഒരു വീട്ടിലേതെങ്കിലും ഏതെങ്കിലും ഒരു പാരന്റ് കുറെ അധികം നാള് ക്രോണിക് ഇല്ലസിൽ കൂടെ കടന്നുപോയി അപ്പൊ ഒരു കുട്ടിയുടെ ഫോർമേഷന്റെ മേജർ റോൾ അതിനാൽ തന്നെ ചിലപ്പോൾ തീരുന്നു കുട്ടിയുടെ ക്യാരക്ടറിനെ അത് ചിലപ്പോൾ ബാധിക്കുന്നു കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റാതെ പോകുന്നു കുട്ടി കെയർലെസ് ആകുന്നു പറഞ്ഞാനുസരി ഇതും അതിന്റെ വേറെ ഒരു ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ വരാറുള്ളതാണ് ഇത് ഇതിന് ഇതിനെങ്ങനെ തടയാം എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടൊന്നും തടയാൻ പറ്റില്ല കാരണം എല്ലാം കൂടി നോക്കാൻ ചിലപ്പോൾ ഫാമിലിക്ക് പറ്റി എന്ന് വരില്ല അപ്പൊ അവിടെ നമുക്ക് ഇന്റർവീൻ ചെയ്യാം പറയാം എന്നുണ്ടെങ്കിലും അതിൻ്റെതായ ലിമിറ്റേഷൻസ് എപ്പോഴും ഉണ്ടായിരിക്കും sensitivity to the issues of fairness ഒരു നല്ലൊരു ഇത് നടക്കുന്നതിൽ ചില പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ വരാം family coping with terminal illness ഇനി ഒരു ഫാമിലിയാണ് ഒരു ലാസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ്ലി ഫേസ് ചെയ്യുന്നതെങ്കിൽ ഫേസിങ് ദ ഇന്നവി ഇന്നവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് അവരെ ഒരുക്കും നമ്മൾ ഒരു ഫാമിലിയെ ഫുള്ള് നമ്മൾ ഒരുക്കും കാരണം ഇതൊരു അവസാന സ്റ്റേജാണ് എങ്ങനെയാണ് ഇത്രയേ ഉള്ളൂ കാരണം ആ ഒരു സ്റ്റേജിനെ അവർ റിസീവ് ചെയ്യാൻ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്തായാലും ഇത് സംഭവിക്കും അതിനെ ഫേസ് ചെയ്യാനായിട്ട് സ്ലോലി സ്ലോലി സ്ലോലി അവർ ഒരുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ടെർമിനൽ സ്റ്റേജ് ഇൽനെസ്സിൽ സാധാരണ ഇനി ഒരുക്കിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അതൊരു ഗ്രേറ്റ് ലോസ് ആയിട്ട് ചിലപ്പോഴൊക്കെ വരാം ചിലപ്പോൾ അത് റിബല്യസ് മൈൻഡ് ആയിട്ട് വരാം ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഒരു അഗ്രസീവ് ക്യാരക്ടർ ആയിട്ടൊക്കെ ചില ചിലപ്പോൾ കുട്ടികളൊക്കെ കാണിക്കാറുള്ളത് കാണുന്നുണ്ട് അപ്പൊ ഇതൊരു ഇഷ്യൂ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഫാമിലിനെ നന്നായിട്ട് ഈ ഒരു ടെർമിനൽ സ്റ്റേജിൽ പാരൻസോ ഫാമിലിയോ എത്തിയിട്ടുണ്ടെങ്കിൽ ആരായാലും ആ ഒരു ഫാമിലിയോ ഫുള്ളി ഒരുക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇതിൽ കാണുക dealing with unfinished emotional concerns നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ പറയും എനിക്ക് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല മിണ്ടാൻ പറ്റിയില്ല അവസാനത്തിൽ സംസാരിച്ച വേർഡ് ഇതാണ് അതൊക്കെ ഇമോഷണൽ കൺസേൺസ് നിറഞ്ഞ സംഗതി അപ്പൊ അതൊരു ഫുൾഫിൽമെന്റ് വന്നിട്ടില്ല ചില കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടില്ല എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല ശരിക്കും ഒന്ന് ശരിക്കും ശുശ്രൂഷിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിനെ നമ്മൾ പറയുന്ന പി ജസ്റ്റാൾട്ടിലൊക്കെയാണ് അൺഫിനിഷ്ഡ് ബിസിനസ് ചിലപ്പോഴൊക്കെ നമ്മൾ സെഷൻ എടുത്ത് മരണം പൊതുവെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു ഒരു ടെക്നിക്കാണ് എം ടി ചെയർ ടെക്നിക് അപ്പൊ അതിൽ ആ അതൊരു അൺഫിനിഷ്ഡ് ബിസിനസ്സിന് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാത്ത ചെയ്തു തീർക്കാത്ത അല്ലെങ്കിൽ കരഞ്ഞു തീർക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ അവിടെ നമ്മളൊന്നും കൂടി റീ ലീവ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്നു ഇത് അതൊന്നും ഇല്ലാണ്ട് തന്നെ അവര് നമ്മൾ ഈ ഒരു ഈ ഒരു ടെർമിനൽ സ്റ്റേജിൽ എത്തി നിൽക്കും ഒന്നുമില്ല എന്ന് പറയുമ്പോഴും ചിലപ്പോൾ അവരുടെ ഈ ഒരു കൺസേൺ കാണിക്കാൻ പറ്റണില്ലല്ലോ എനിക്കൊന്ന് ചിരി എൻ്റെ അപ്പച്ചനൊന്ന് ചിരിക്കാൻ പറ്റില്ല അമ്മച്ചിക്കൊന്ന് ചിരിക്കാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ പറയുന്ന അവരുടെ ആ ഒരു രീതിയെ ഈ ഒരു അവസാന സ്റ്റേജ് വെച്ച് ഒന്ന് ഒരുക്കുക എന്നാണ് utilising rituals saying goodbye making the most of it ഈ ഒരു ഇതിൽ നിന്ന് ഇപ്പൊ നമുക്ക് വളരെ യങ് ഏജിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവർ പോയിട്ടുണ്ടാവുക എങ്കിൽ ആ യങ് ഏജിന്റെ തന്നെ പ്രത്യേകതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്രയും നാള് ഇത്രയും ഇതിൽ കിട്ടി ഇത്രയും ഇനി ഇങ്ങനെ ഉണ്ട് എങ്കിലും നമുക്ക് ഇനി ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്ന അത് റിയാലിറ്റി നമുക്ക് കിട്ടാതെ പോയത് ഇങ്ങനെയുള്ള സംഗതികളെയൊക്കെ തന്നെ മനസ്സിലാക്കിപ്പിച്ചും ഒരുക്കിയും ഒരു ഫാമിലിയെ ഫുള്ള് ആ ഒരു ടെർമിനൽ സ്റ്റേജിന്റെ അവസ്ഥയിലൂടെ കടന്നു ചിലവർ ഇത് വളരെ നല്ലൊരു ശുശ്രൂഷയായിട്ട് സ്പെഷ്യലി ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകാരെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ടെർമിനൽ ഇൽനെസ്സിലുള്ള അവരുടെ ഫാമിലീസിനെ ഒരുക്കുന്ന ചില നല്ല അവരുടെ കോപ്പി ചെയ്യാൻ ഈ ഒരു രീതിയെ കോപ്പി ചെയ്യാനായിട്ട് ഒരു ഫാമിലി ഒരുക്കുന്ന ഈ പേഷ്യൻസിനെ മാത്രമല്ല അവരുടെ ഫാമിലി ഒരുക്കുന്ന നല്ല ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ചില നല്ല വോളണ്ടിയർ സർവീസസ് എടുക്കുന്ന ആളുകളുണ്ട് അവരുടെ എന്ന് പറയുന്നത് നല്ല പേഷ്യൻ നല്ലൊരു ക്ഷമാപൂർവമായ ഒരു രീതിയാണ് ഒപ്പം തന്നെ ഇതൊരു പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണ് അപ്പൊ കുറെ കരച്ചിലും ബഹളമൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരും കാണേണ്ടി വരും ഇപ്പൊ അതിനൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇനി ഒപ്പം തന്നെ അവരുടെ ഒപ്പം കുറെ നേരം ഇരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് ഇതിൽ കാണുക ഇതൊരു ഗ്രേറ്റ് സർവീസും കൂടിയാണ് ഫാമിലീസിന് വേണ്ടിയിട്ടുള്ളത് പക്ഷെ ഇതൊരു ഗ്രേറ്റ് എന്ന് പറയുക ഒരു ലോസ് ആണ് ഗ്രീഫാണ് പക്ഷെ ഇതിലൂടെ കടന്നു പോകാതെയും ഇതിനെ ആക്സെപ്റ്റ് ചെയ്യാതെയും നിർവാഹം ഇല്ല എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ ഇല്ലെങ്കിൽ കൂടി നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് നാളെ കാണാം സാറ്റർഡേ ഒരു ഹോൾ ഡേ ആയി എനിക്ക് തോന്നുന്നു ഒരു അഞ്ചെട്ട് മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ കുഴപ്പമില്ല നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവിറ്റി ഇതൊരു നെഗറ്റിവിറ്റി ഫീലിംഗ് ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൽ ഹെൽത്തോടുകൂടി പോകുന്നതിന് പകരം നമ്മൾ പറയും ഏതൊരു ഫാമിലിക്കും ഏതൊരു ക്രോണിക് ഇൽനെസ് ആയാലും ലൈഫ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം ഇത്രയേ ഉള്ളൂ നമ്മൾ ലൈഫ് കോപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അതെത്ര പെയിൻഫുൾ ആയാലും എത്ര ലോസ് ആയാലും എത്ര സിക്നെസ് ആയാലും എത്ര ഡിസബിലിറ്റി ആയാലും അത് ക്രോണിക് ആണെങ്കിലും ഇൻ ദ ബിഗിനിങ് ആണെങ്കിലും ടെർമിനൽ ആണെങ്കിലും നമ്മൾ ലൈഫിനെ കോപ്പ് ചെയ്യാൻ പഠിക്കണം അത് ഫുള്ളി ആയിട്ടൊന്നും കോപ്പ് ചെയ്യാൻ ഈ ഒരു അവസ്ഥയിൽ പറ്റില്ലെങ്കിൽ ആക്സെപ്റ്റ് ദ റിയാലിറ്റിയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ ഫാമിലിയെ എത്തിക്കാൻ അഡൾട്ടിനെ എത്തിക്കാൻ കുട്ടികളെ എത്തിക്കാൻ അതാണ് as a counsellor as a family കൗൺസിലറിന്റെ great job or service okay so എല്ലാവരും ഇവിടെ ഇല്ലേ താങ്ക് യു സോ മച്ച് ഇനി നിങ്ങൾ പ്രാക്ടിക്കൽ മാനുവലൊക്കെ ഒന്ന് വായിച്ചു നോക്കണം അപ്പൊ എന്നിട്ട് നമുക്ക് കാണാം ഇങ്ങനെ ക്രോണിക് ഇൽനെസ് ഉള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ നടത്താം ഇങ്ങനെ കൃത്യം ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുന്നുണ്ട് ഇന്റർവ്യൂ നടത്തണം അഡൾട്ട് ക്രോണിക് ഇൽനെസ് ഉള്ളവർ അവരുടെ ഫാമിലി അതിനൊക്കെ ഇന്റർവ്യൂ നടത്തണം അപ്പൊ നിങ്ങൾ കണ്ടുവെക്കുക ഇനി പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളത് അപ്പൊ കണ്ടുവെക്കാം അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചൊക്കെ ഒന്ന് വെക്കാം okay thank you so much thank you see tomorrow thank you thank you sister